ഇത് നിങ്ങൾക്ക് ഇന്നലെ തന്നെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കിട്ടാത്തവരുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞാൽ മതി അപ്പോൾ cerebral cortex thin surface layer on the left and right cerebral hemispheres നമുക്ക് രണ്ട് ഹെമിസ്ഫിയർ ഉണ്ടെന്ന് മനസ്സിലാക്കാം regulating most complex behaviour including sensation motor control motor എന്ന് പറഞ്ഞാൽ ബ്രെയിൻ തന്നെ and higher mental processes again what is cortex and medulla അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാ കിഡ്നിക്കും കോർട്ടക്സ് ഉണ്ട് അങ്ങനെ മെഡുല്ലയുണ്ട് അങ്ങനെ നമ്മുടെ പല അവയവങ്ങൾക്കും മെഡുല്ലയും കോട്ടക്സും ഉണ്ട് അപ്പോൾ ഇവിടെ സെറിബ്രൽ കോട്ടക്സിനാണ് പറയുന്നത് the outer part of the external layers of an internal organ അപ്പോൾ കോട്ടക്സ് ഇവിടെ ജനറലൈസ് ചെയ്ത് പറയുന്നു the outer part of external layers of an internal organ as of the kidney adrenal ഗ്ലാൻഡിനൊക്കെ ഇതുണ്ട് the outer layer of grey matter over the most of the brain അപ്പോൾ ബ്രെയിനും ഉണ്ട് അഡ്രീനൽ ഗ്ലാൻഡിനും കിഡ്നിക്കും ഒക്കെ ഇതുണ്ട് നോ മെഡുല്ല മെഡുല്ല oblongata എന്ന് പറയുന്നത് ബ്രെയിനിന്റെ സമയത്ത് the inner substance of the organ as of the kidney adrenal and etcetera bone marrow bone marrow എന്ന് പറഞ്ഞാൽ നമുക്ക് R B C red blood cells ഒക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ജോയിൻസിലുള്ളതാണ് ഇവിടെയൊക്കെ മെഡുല്ലയുണ്ട് ഇപ്പൊ മെഡുല്ല ഒബ്ലാങ്കട്ട ബ്രെയിനിലുണ്ട് മെഡുല്ല കൂടുതൽ കോംപ്ലക്സ് ആക്കുന്നില്ല ഞാൻ അപ്പോൾ നൗ അപ്പൊ മെഡുല്ല കോർട്ടക്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി നൗ സെറിബ്രൽ കോർട്ടക്സ് ഇതിനെ തന്നെ നാല് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യാം ഇത് നിങ്ങളുടെ ബുക്ക് പുസ്തകത്തിൽ നിങ്ങൾക്ക് ശരിക്ക് പഠിക്കാനുണ്ട് it's clearly mentioned there but only thing is that പലയിടത്തായിട്ടാണ് കിടക്കുന്നത് അത് ഒന്ന് ക്രോഡീകരിച്ച് പഠിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ സിനാപ്സ് കെമിക്കൽ ഫ്ലോ എന്നൊക്കെ ഇഷ്ടംപോലെ സ്ഥലത്ത് പറയുന്നുണ്ട് അത് എൻഡോക്രൈൻ സിസ്റ്റത്തെയാണ് എന്തുകൊണ്ട് നിങ്ങളുടെ ബുക്കിൽ ഇത്രയും വിശദമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ you are suppose to study all these things from twelfth standard psychology to degree degree level അത് കഴിഞ്ഞിട്ടാണല്ലോ പി ജിക്ക് വരുന്നത് പക്ഷെ നമുക്കറിയാം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നേരിട്ട് എല്ലാവരും പി ജിക്ക് വന്നവരാണ് so cerebral cortex can be divided to four sections which are known as lobes the frontal lobe parietal lobe temporal lobe and occipital lobe ഇതൊക്കെ അർത്ഥം വെച്ച് പഠിക്കുന്ന മെത്തേഡ് ഇന്നലെ ഓടിച്ചൊന്ന് പറയാനേ എനിക്ക് സാധിച്ചുള്ളൂ സമയം കിട്ടാത്തതുകൊണ്ട് have been associated with different functions ranging from reasoning to auditory perception the frontal lobe is located at the front of the brain അത് അർത്ഥം പറയുന്ന പോലെ തന്നെ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ളതാണ് and associated with reasoning motor skills higher level cognition and expressive language മനസ്സിലാക്കൂ നിങ്ങളെ ലാംഗ്വേജ് ഡിസോർഡേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് നാളെയാണ് ഞാൻ എടുക്കുക അപ്പോൾ നോക്കുക ഫ്രോണ്ടൽ ലോബിലെ പ്രോബ്ലം കൊണ്ട് റീസണിങ് സംഭവിക്കാതിരിക്കാം മോട്ടോർ സ്കിൽസ് ബ്രെയിൻ സ്കിൽസ് വരാണ്ടിരിക്കാം higher level of cognition expressive language വരാതിരിക്കാം എന്തുകൊണ്ടാണ് നിങ്ങളിത് പഠിക്കേണ്ടി വരിക എന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ പേഷ്യൻറ്റിനെ ഇങ്ങനെ പേഷ്യൻ്റെ മീൻസ് നിങ്ങൾ കൗൺസിലിങ്ങിന് വരുന്നവർക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും കൗൺസിൽ ചെയ്യുന്നതിൻ്റെ ഇഫക്റ്റ് ബ്രെയിനിലേക്ക് കയറോ ഒരാൾക്ക് മനസ്സിലാവോ ആരെങ്കിലും ഒരാളെ അങ്ങനെയാണെങ്കിൽ സൈക്കോളജി സ്റ്റുഡൻസ് സൈക്കോളജിസ്റ്റ് ഏറ്റവും കൂടുതൽ സൈക്കോളജിക്ക് അല്ലെ ഏറ്റവും കൂടുതൽ സൈക്കോളജി സൈക്കോളജി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻ്റർഫേസ് ചെയ്യുന്നത് സ്റ്റുഡൻസും അവരുടെ എഡ്യൂക്കേഷണൽ ഇഷ്യൂ ആയിട്ടാണ് അപ്പോൾ ആ ഒരു കുട്ടിക്ക് മെമ്മറി ഇല്ല വേദന നിങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല മെഡിക്കൽ ഡോക്ടറെ ഹെൽപ്പ് ആവശ്യമാണ് മെഡിക്കേഷൻ ആവശ്യമാണെങ്കിൽ അത് കൊടുക്കുകയും കൂടി വേണം അപ്പോൾ ആദ്യത്തെ ട്രയലിലൊന്നും നമുക്കത് അറിയാൻ കഴിയില്ല so please try to understand ഇത് ഇപ്പോൾ ഈ വായിക്കുന്നതിൻ്റെയൊക്കെ വളരെ പ്രാധാന്യമുണ്ട് ഇത്ര വിശദമായിട്ട് ഇത് പഠിക്കണം frontal lobe is located at the front of the brain and is associated with reasoning motor skills higher levels of cognition and expressive language including നിങ്ങളുടെ റൊമാൻറ്റിക് സെക്ഷൽ ഹാബിറ്റ് ഒക്കെ ഇതിൽ വരും at the back of the frontal lobe near the central sulcus lies the motor cortex ഇത് അവിടെ നോക്കിക്കോളൂ ഞാനിവിടെ ഞാൻ ആരോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണം ഉണ്ടല്ലോ അല്ലേ പറ്റുന്നുണ്ട് ഈ സെൻട്രൽ സൾക്കസ് എന്ന് പറയുന്നത് അതായത് ഈ ലോബ് തമ്മിലുള്ള ഒരു ജോയിനിങ് ഉണ്ട് ഈ ജോയിനിങ്ങിലാണ് സെൻട്രൽ സൾക്കസ് ഉള്ളത് ലൈസ് ദി മോട്ടോർ കോർട്ടക്സ് അപ്പൊ ഈ മോട്ടോർ കോർട്ടക്സ് ഇവിടെയാണ് നിൽക്കുന്നത് this area of the brain receives information from various lobes നമ്മുടെ മറ്റ് പല ലോബിൽ നിന്നും ഇത് ഇവിടെ ആണ് റിസീവ് ചെയ്യുന്നത് this area of brain receives information from various lobes of the brain and utilises this information to carry out body movements ഇപ്പോൾ ബോഡി മൂവ്മെന്റ് എല്ലാം ഇപ്പം അറ്റൻഷൻ ഡെഫിസിറ്റ് ഇങ്ങനെ പല കാര്യങ്ങൾക്കും ട്രീറ്റ്മെന്റ് വരുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് എം പി സി ടൂവിൽ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട് അപ്പോൾ എം പി സി ടൂവിൽ പറയേണ്ട a differentiate between A D D and A D H D ഇപ്പം എ ഡി എച്ച് ഡി എന്ന് പറയുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ തന്നെ കൃത്യമായി കിട്ടില്ല കുട്ടിക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവണമെന്നില്ല so only medical doctors can decide but ഒരു പരിധി കൂടുതൽ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റ് ഇത് വച്ചുകൊണ്ടിരിക്കാതെ at least they have to refer to child neurologist damage to frontal lobe can lead to changes in sexual habit and romance romantic ഒരു ആക്സിഡൻറ്റ് പറ്റിയ ശേഷം റൊമാൻറ്റിക് മൂഡിലെ ഡിഫറൻസ് ഉണ്ടാവാം സോഷ്യൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൽനെസ് കൊണ്ട് ബ്രെയിനിന് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് സോഷ്യലൈസേഷൻ നോക്കൂ and attention as well as increased risk taking അപ്പം നിങ്ങൾ സൈക്കോളജിയിൽ ഇഷ്ടംപോലെ ആൾക്കാരെ പല രോഗങ്ങളും ഡീൽ ചെയ്യുമ്പോൾ അവരുടെ ബ്രെയിൻ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യേണ്ടത് ഇപ്പം ഇഷ്ടംപോലെ ടെസ്റ്റുകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യിപ്പിക്കാനുള്ള ബാധ്യതയും സൈക്കോളജിസ്റ്റ് ഉണ്ട് ഉണ്ടാവും പാരിയേറ്റൽ ലോബ് ഇവിടെ അഗെയിൻ ഫ്രോണ്ടൽ എന്ന് പറയുന്നത് ഫ്രണ്ട് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് ഫ്രോണ്ടൽ ലോബ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല ഇനി പാരിയറ്റൽ ലോബ് എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും അടിയിൽ അതിന് അർത്ഥം ഞാൻ എഴുതിയിട്ടുണ്ട് ഇന്നലെ എൻ്റെ ക്ലാസ്സിൽ ഇല്ലാത്ത പത്തെഴുപത് പേര് ഈ ക്ലാസ്സിൽ ഉണ്ടെന്ന് മനസ്സിലാക്കണം അപ്പോൾ അവർക്ക് ഞാൻ ഇന്നലെ എടുത്തപ്പോൾ പ്രധാനമായിട്ടും അർത്ഥം അറിയാതെ കോൺസെപ്റ്റ് അറിയാതെ ഒന്നും ഓർമ്മ നിൽക്കാൻ കഴിയില്ല എന്ന് പഠിപ്പിച്ചിരുന്നു അപ്പൊ അതുകൊണ്ടാണ് പർപ്പസ്ലി പാരിയറ്റൽ വാൾ എന്ന് No, no written mode, just a Wilson. What is what you have meant, what is meant by you? What do you meant by saying that? No written mode. Unmute ചെയ്തിട്ട് പറയാ എന്താ ഉദ്ദേശിച്ച നോൺ റിട്ടേൺ മോഡ് എന്ന് പറയണത് ഓക്കെ വാട്ട് എവർ എന്താണെങ്കിലും യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഒരു വാക്കിൻ്റെ അർത്ഥം അറിയാതെ ഒന്നും പഠിക്കാൻ പറ്റില്ല ഇത് മെമ്മറി പഠിപ്പിച്ചപ്പോൾ വിശദമായിട്ട് പഠിപ്പിച്ചു നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ this time you will be getting an opportunity to have your practical offline practical offline practical ആണെങ്കിൽ എന്താ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ anybody has got any disturbance sir പറയുന്നത് okay okay okay okay thank you thank you അപ്പോൾ നമ്മൾ മെമ്മറി ഡ്രം വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഞാൻ ഇന്നലെ ക്ലാസ്സിൽ ടെസ്റ്റ് ചെയ്തതൊക്കെ പഠിപ്പിച്ചു തരും അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇന്നലെ ക്ലാസ്സിൽ ഇല്ലാത്തവർ മനസ്സിലാക്കൂ ഇന്നലെ ഇന്നലെ ക്ലാസ്സിൽ ഇല്ലാത്ത ഒരു ഒറ്റ കാര്യം മനസ്സിലാക്കുക ഞാൻ പറയണത് കണ്ണടച്ച് വിശ്വസിക്കുക ഒരു വാക്കിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ ഒന്നും ഓർമ്മ നിൽക്കാൻ കഴിയില്ല വളരെ കുറച്ച് ഓർമ്മ ഉണ്ടാവുള്ളൂ അതുപോലെ കോൺസെപ്റ്റ്സ് അപ്പൊ ഈ കോൺസെപ്റ്റ്സ് വളരെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത്രയും ബുദ്ധിമുട്ടി ഇതെല്ലാം ഞാൻ പേഴ്സണലായിട്ട് ഇൻട്രസ്റ്റ് എടുത്ത് ഉണ്ടാക്കിയ സ്ലൈഡുകളാണ് ശരി നോക്കൂ പാരിയേറ്റൽ എന്നുള്ളതിന് വാൾ എന്നാണ് അർത്ഥം എന്താണ് ഫ്രോണ്ടൽ ലോബിനും ഒക്സിപ്പിറ്റൽ ലോബിനും ഒരു മതിലാണ് ഈ parietal lobe The parietal lobe is located in the middle section of the brain and is associated with the processing tactile, touchy, sensory information such as pressure, touch, and pain. A portion of the brain known as the sensory somatosensory cortex is located in the somatosensory. Soma means body, sensory, sensing. Namada Panjendriangle. അപ്പോൾ ആ സെൻ സെൻസിങ് ആയിട്ട് സ്കിൻ അപ്പോൾ somatosensory cortex sensory organ is located in the അതായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഈ പെരിയേറ്റൽ ലോബിലാണ് processing of the body senses ഞാൻ ഒന്നും കൂടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും ഞാൻ പറഞ്ഞേക്കും ഒരു മെഡിക്കൽ നോളേജ് നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് സൈക്കോളജിസ്റ്റ് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ സൈക്കാട്രിസ്റ്റ് പല മെഡിസിൻ അടക്കം അറിഞ്ഞു വിടും അപ്പൊ ഇതൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചാറേ വരുന്ന ക്ലയന്റിന് അറിയില്ല സൈക്കോളജിസ്റ്റ് ആരാണ് സൈക്കാട്രിസ്റ്റ് ആരാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇതൊന്നും വരുന്നവർക്കറിയില്ല അറിയില്ല അപ്പൊ it is your duty that you should have enough knowledge The parietal lobe is located in the middle section of the brain and is oh. associated with the processing tactile sensory information such as pressure, touch, and pain. A portion of the brain known as the somatosensory cortex is located in this lobe and is essential to the processing of body senses. Damage to parietal lobe can result in problems with verbal memory, and impaired ability to control gaze eye gaze and problem with language നോക്കൂ അപ്പം ലാംഗ്വേജ് പ്രോബ്ലം വെർബൽ മെമ്മറി ഇല്ലാതിരിക്കുക കേട്ടാൽ മനസ്സിലാവാതിരിക്കുക അപ്പം അതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ശാസ്ത്രം വളരെ വളർന്നു കഴിഞ്ഞു സൈക്കോളജിസ്റ്റ് ഇത് തന്നെ വെച്ചുകൊണ്ടിരിക്കേണ്ട you can send this child for various testing so parietal means wall hope you are clear രണ്ടെണ്ണം എടുത്തത് നൗ ടെമ്പറൽ ലോ ടെമ്പറൽ അതാ വാക്യം നിങ്ങൾ മനസ്സിലാക്കണം ഏറ്റവും ആദ്യം നമുക്ക് വാക്കിന്റെ അർത്ഥം പഠിക്കാം temporal near the temples side of the skull എന്ന് എഴുതിയിട്ടുണ്ട് കണ്ടോ temporal near the temple side of skull അപ്പൊ എന്താ സൈഡ് ഓഫ് സ്കള് എന്ന് പറയാൻ കാരണം ഈ ടെമ്പറൽ ലോബില് ടെമ്പറൽ ലോബിലാണല്ലോ നമ്മുടെ ചെവിയൊക്കെ ഇരിക്കുന്നത് അത് മാത്രമല്ല നിങ്ങൾ ഒറ്റ കാര്യം ഓർത്താൽ മതി ഇ എൻ ടി സർജൻ എന്താ ഇ എൻ ടി സർജൻ എന്ന് പറഞ്ഞാൽ ഇയർ നോസ് ത്രോട്ട് കാരണം ഇതെല്ലാം കണക്റ്റഡ് ആയതുകൊണ്ടാണ് നമ്മുടെ കണ്ണിലൊരു മരുന്ന് ഒഴിച്ചാൽ പോലും വായിലേക്ക് ടേസ്റ്റ് വരുന്നതിന് ദർ ഇസ് എ കണക്ഷൻ അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ന്യൂറോൺസും ഒക്കെ ഇതുപോലെ കണക്റ്റഡ് ആണ് ഈ തന്നെയല്ല രണ്ട് ഹെമിസ്ഫിയറും തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നതും ടെമ്പറൽ ലോബ് ആണ് ടെമ്പറൽ ലോബ് ജോയിൻ ചെയ്തിട്ടാണ് അപ്പോൾ temporal means near the temple side of skull എന്ന അർത്ഥമുണ്ട് അപ്പൊ ഈ അർത്ഥം മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് നാല് ലോബും പെട്ടെന്ന് മനസ്സിലാവും the temporal lobe is located on the bottom section of the brain the lobe is also the location of the primary auditory cortex എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കൂ ഇതിൻ്റെ വർക്കിംഗ് ഓഡിറ്ററി കോർട്ടക്സ് ആണ് ഓഡിറ്ററി മീൻസ് ഓഡീഷൻ നമുക്കറിയാം ശബ്ദം അല്ലേ ശബ്ദം ശബ്ദമുള്ളിടത്ത് തന്നെയല്ലേ അത് വച്ച് വന്ന് നമ്മുടെ ചെവി ഭാഗത്തല്ലേ വന്നേക്കണേ which is important for interpreting sounds and language be here അപ്പോൾ കുട്ടിക്ക് എനിക്ക് നന്നായിട്ടറിയാം എറണാകുളത്തെ ഏറ്റവും പ്രശസ്തനായ ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ടായിരുന്നു മെഡിക്കൽ ട്രസ്റ്റിലെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പ്രോബ്ലം അദ്ദേഹം കണ്ടെത്തുന്നത് ഒരു ദിവസം അദ്ദേഹം മകനോട് ഡേറ്റ് പഠിക്കാൻ വളരെ മോശം കുട്ടി പഠിക്കാൻ വളരെ മോശം സ്വന്തം മകനെ പലയിടത്തും കൊണ്ടുപോയി നോക്കി പല ആർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഒരു ദിവസം ഡൈനിങ് ഹാളിൽ ഡൈനിങ് ടേബിളിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് എടാ കലണ്ടറിൽ ഡേറ്റ് പറയാൻ പറഞ്ഞപ്പോൾ കുട്ടിക്ക് ആ ഡേറ്റ് നോക്കുമ്പോൾ വിഷൻ ശരിയല്ല വേറെ ഒന്നും ആയിരുന്നില്ല കുട്ടിയുടെ പ്രോബ്ലം പ്രോപ്പർ വിഷൻ ഉണ്ടായിരുന്നില്ല അദ്ദേഹം പറയുന്നു അദ്ദേഹം ഒത്തിരി ഒരു ബുക്ക് സി ബി എസ് സിക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട് പഠനത്തിൽ പിന്നോക്കമാകുന്ന കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് അത് അദ്ദേഹത്തിന് അത് എഴുതാൻ പ്രചോദനമായത് അദ്ദേഹത്തിന്റെ മകൻ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് സി ബി എസ് ഇ സ്കൂളിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തു ഈ കുട്ടിക്ക് കണ്ണ് ശരിക്ക് കാണുന്നില്ല അപ്പൊ ക്ലാസ്സിൽ ഇത്രയും നാളും എടുത്തിരുന്നത് ബോർഡ് നോക്കിയൊന്നും ഈ കുട്ടിക്ക് എഴുതി എടുത്തിട്ടോ മനസ്സിലാക്കിയിട്ടോ ഇല്ല കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ആണെന്ന് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ലേണിംഗ് ഡിസബിലിറ്റി ആയിരുന്നില്ല അപ്പൊ ഇതൊക്കെ എന്താ കാരണം വിഷനായിട്ട് ബന്ധപ്പെട്ടത് എങ്ങനെയാണ് നമ്മുടെ ഓർമ്മ ഹിപ്പോ ക്യാമ്പസിന് എന്താണ് പ്രാധാന്യം The temporal lobe is located on the bottom section of the brain. This lobe is also location of the primary auditory cortex, which is important for interpreting sounds and the language we hear. The hippocampus is also located in the temporal lobe. Hippocampus, memory item and the better petrola, matter at important right hippocampus. That is why this portion of the brain is also heavily associated with the formation of memories. Damage to the temporal lobe can lead to ഞാനിപ്പോൾ സ്ക്രീൻ ഞാൻ വായിച്ചൊക്കെ പോകുന്നതുകൊണ്ട് സ്ക്രീനിൽ മറ്റും നോക്കുന്നില്ല if there is any problem somebody has to unmute and talk to me damage to the temporal lobe can lead to problems with memory speech perception and language skills ഇത് ഒത്തിരി വലിയ ബുക്കിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ഞാൻ എഡിറ്റ് ചെയ്തതാണ് ഡാം അപ്പോൾ ടെമ്പറൽ ലോബ് ഓരോന്നിലും ഡാമേജ് ഉണ്ടാവുമ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഓരോ കാര്യത്തിൻ്റെ സെക്ഷൽ ഹാബിറ്റ് റൊമാൻറ്റിക് തിങ് എല്ലാം ഫ്രോണ്ടൽ ലോബ് അതുപോലെ പാരിയേറ്റൽ ലോബ് എത്തുമ്പോഴാണ് വെർബൽ മെമ്മറിക്ക് പ്രോബ്ലം ഉണ്ടാവും ഐ പ്രശ്നം ഉണ്ടാവും ലാംഗ്വേജിന് പ്രശ്നം ഉണ്ടാവും നൗ ടെമ്പറൽ ലോബ് വന്നപ്പോഴോ damage to temporal lobe can lead to problems with memory speech perception language skills നിങ്ങൾ ഇതിൻ്റെ വില മനസ്സിലാക്കണത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു എസ് എഴുതാൻ വരും എങ്ങനെയൊക്കെയാണ് ലാംഗ്വേജ് ഡിസോർഡർ ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം എഴുതാൻ വളരെ പ്രയോജനപ്പെടും നിങ്ങളുടെ ബുക്ക് നോക്കിയാൽ കിട്ടുന്നതിൽ നന്നായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോന്നും ലോബ് വെച്ച് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും so damage to temporal lobe can lead to problems with memory speech perception and language skills അപ്പൊ ലാംഗ്വേജിന് എല്ലാവിടത്തും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം now occipital lobe occipital bone occiput എന്ന വാക്കിൽ നിന്നാണ് ഓക്സിപിറ്റൽ ഉണ്ടായിരിക്കുന്നത് ബാക്ക് ഓഫ് ഹെഡ് എന്നാണ് ഓക്സിപുട്ടിന്റെ അർത്ഥം the occipital lobe is located at the back portion of the brain and is associated with interpreting visual stimuli and information the primary visual cortex which receives and interprets information from the retina of the eyes is located in the ഓക്സിപിറ്റലോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് പഠിക്കാനൊരു മനസ്സുണ്ടായിരുന്നില്ല നിങ്ങൾ ഇതൊന്നും തിരിഞ്ഞു നോക്കണില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും ഓക്സിപിറ്റൽ ലോബ് എന്ന് at the back of the brain ആണ് അല്ലേ നേരെ മറിച്ച് ഫ്രോണ്ടൽ ലോബിൽ ഇരിക്കുന്ന നന്നായിട്ട് ഇതിനെ വിഷ്വൽ കോർട്ടക്സ് ആയിട്ട് ബന്ധമുണ്ട് അത്രേ അപ്പൊ അത് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുന്നത് ബ്രെയിൻ ഇവിടെ ഇവിടെ ഇരിക്കുന്ന ഡോക്ടേഴ്സ് പോലും പഠിച്ച കാലത്ത് അതൊക്കെ പഠിച്ചിട്ടുണ്ടാവും പിന്നെ മറന്നുപോയിട്ടുണ്ടാവും പക്ഷെ സൈക്കോളജിയിൽ ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഒന്നും കൂടി വായിക്കുമ്പോൾ ശ്രദ്ധിക്കൂ the occipital lobe is located at the back portion of the brain and is associated with interpreting visual stimuli visual stimuli interpret ചെയ്യുന്നത് ഓക്സിപിറ്റൽ ലോബിലാണ് ഫ്രണ്ടിലാണ് നമ്മുടെ കണ്ണിരിക്കുന്നത് വിഷൻ ഇരിക്കുന്നത് the primary visual cortex which receives and interprets information from the retina of the eyes is located in the അത് ഇത്ര മാത്രം നിങ്ങൾ ഓർത്താൽ മതി information from the retina of the eyes എവിടെയാണ് ഓക്സിപിറ്റൽ ലോബിലായിരിക്കുന്നത് damage to this lobe can cause visual problems such as difficulty recognising objects and inability to identify colours and trouble recognising words വാക്കുകളെ മനസ്സിലാക്കാനുള്ള ഇതുവരെ ഈ ലോബിനൊക്കെ പ്രാധാന്യമുണ്ട് അപ്പോൾ അപ്പം മനസ്സിലായല്ലോ ഇപ്പം സെൻട്രൽ സൾക്കസ് എന്താണെന്ന് മോളി പറഞ്ഞു ഞാൻ central sulcus is a prominent landmark of the brain separating parietal lobe from the frontal lobe and primary motor cortex and sensory somato primary somatosensory cortex അപ്പോൾ ഈ സെൻട്രൽ സൾക്കസിനും ഭയങ്കര പ്രാധാന്യമുണ്ട് നൗ ഇനി നിങ്ങൾക്ക് ഒരു ന്യൂറോണെ ഒന്ന് പരിചയപ്പെടണം കാരണം ന്യൂറോൺ എന്ന രീതിയിലല്ല നിങ്ങൾക്ക് നിങ്ങൾ ഹയർ ലെവലിൽ പഠിച്ചു വന്നതാണെന്നുള്ളതുകൊണ്ടാണ് ബുക്ക് അങ്ങനെ വിശദമായിട്ട് പറയാത്തത് ശരിക്കും ബി എ സൈക്കോളജി ബുക്കിലാണെങ്കിൽ ന്യൂറോണും എൻ്റർപ്രൈൻ സിസ്റ്റം വിശദമായിട്ട് പറയേണ്ടത് അതുകൊണ്ട് ഇത് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിച്ച് കാണിക്കുന്നുണ്ട് ഒന്ന് രണ്ട് സ്റ്റോറിയിലൂടെയൊക്കെ പറഞ്ഞുതരാം അപ്പോൾ neuroscience interdisciplinary disciplinary field study how biological process relate to behavioural mental process നോക്കൂ ന്യൂറോ സയൻസിന്റെ ഡെഫിനിഷൻ തന്നെ ഇവിടെ നോക്കൂ interdisciplinary field study how biological process biological process chemistry മാറണനുസരിച്ച് ബിഹേവിയറും മെന്റൽ പ്രോസസ്സും മാറും ഇപ്പൊ a study on behavioural mental processes പക്ഷെ ന്യൂറോ സയൻസ് പഠിക്കാൻ എനിക്ക് താല്പര്യമില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ കുട്ടികൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഓ ബ്രെയിൻ അതൊക്കെ ഡോക്ടർമാർ പഠിക്കേണ്ട കാര്യമല്ലേ പക്ഷെ ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കൂ it's are interdisciplinary field studying how biological process related to behavioural mental process behavioural mental process ആണ് നമ്മുടെ സ്റ്റഡി അപ്പോൾ ഇത് ഇറ്റ്സ് എ ബയോളജിക്കൽ പ്രോസസ് എന്താണെന്ന് അറിയണമെങ്കിൽ ബ്രെയിനും എൻഡോക്രൈൻ സിസ്റ്റം അറിയണം so the nerve system consist of neurons cells responsible for receiving and transmitting electrochemical information ഇതിന് നിങ്ങളുടെ ബുക്കിൽ പറഞ്ഞിട്ടുള്ള വാക്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും വായിച്ചോ ആർക്കെങ്കിലും പറയാമോ അതിൽ പറഞ്ഞിട്ടുള്ള വാക്ക് ഏതാണെന്ന് നിങ്ങളുടെ ടെക്സ്റ്റിൽ പലയിടത്തായിട്ട് പറയുന്നുണ്ട് സിനാപ്സ് ഇത് ഇപ്പോൾ ഓർക്കുന്നുണ്ടോ സിനാപ്സ് അവിടെ എഴുതിയിരിക്കുന്നത് ആ സിനാപ്സ് ഇലക്ട്രോ കെമിക്കൽ ഇൻഫർമേഷൻ നടത്തണമെങ്കിൽ സിനാപ്റ്റിക്കൽ ക്ലെപ്റ്റ് അതിൽ കൂടിയേ പറ്റുള്ളൂ അത് നമുക്ക് എന്താണെന്ന് നോക്കാം ദാ ഇവിടെ എഴുതിയിട്ടുണ്ടത് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് ഏതാ ഈ ന്യൂറോണിന്റെ ഈ എഡ്ജസ് ആണ് ഡെൻഡ്രൈറ്റ്സ് ഈ ഡെൻറൈറ്റ്സിന്റെ തൊട്ടടുത്ത് അടുത്ത ന്യൂറോണിന്റെ ഏത് നിൽക്കണ്ടാവും ആക്സൺ നിൽക്കണ്ടാവും ഇതുണ്ട് ആക്സൺ ഇതാണ് ആക്സൺ അപ്പൊ ഇവിടെ ബില്യൺസ് ഓഫ് നിങ്ങളിത് പഠിക്കൂ ജീവിതത്തിൽ ഇപ്പൊ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപക്ഷെ പഠിക്കാനുള്ള യോഗം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്ട്രെയിൻ എടുത്ത് പഠിക്കാൻ പറയാണ് ഈ ബ്രെയിനിലെ ഒരു ന്യൂറോണെയാണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ് ആണിത് ഈ ഡെൻഡ്രൈറ്റിൽ എന്തുണ്ട് അടുത്ത ന്യൂറോണിന്റെ ബിഗിനിങ് ഉണ്ട് axon terminal axon terminal button ചെറിയ ബട്ടൺസ് കണ്ട ആക്സൺ ടെർമിനൽ ബട്ടൺ എവിടെ നിൽക്കേണ്ട അടുത്ത ന്യൂറോൺ അതുപോലെ ബില്യൺസ് ഓഫ് ന്യൂറോൺസ് ഉണ്ട് ഇവിടെ ന്യൂറോൺ നിൽക്കും അങ്ങനെ അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ളൊരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിനാണ് സിനാപ്സ് എന്ന് പറയുന്നത് സിനാപ്റ്റിക് ക്ലഫ്റ്റ് സിനാപ്സ് എന്ന് പറയുന്നത് ആ സിനാപ്സിലാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ പാസ് ചെയ്യുന്നത് ഇതിപ്പോൾ അടുത്ത് കഴിഞ്ഞിട്ട് എൻഡോക്രൈൻ സിസ്റ്റം പഠിപ്പിക്കുമ്പോൾ ഇതെനിക്ക് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് നിങ്ങൾ വിശദമായിട്ട് കാക്കാൻ പറയണം ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ പറയണം ഒരു നമ്മുടെ ബ്രെയിൻ സെല്ലിൻ്റെ ബ്രെയിൻ സെല്ലിന് പറയുന്ന പേരാണ് ന്യൂറോൺ ചിലപ്പോൾ മൂന്ന് മാർക്കിൻ്റെ ഷോർട്ട് ക്വസ്റ്റിനെ ചോദിക്കുള്ളൂ പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം മൂന്ന് മാർക്കിൻ്റെ ആയിരിക്കും ചോദിക്കണം മൂന്ന് മാർക്കും കിട്ടും ന്യൂറോൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ബ്രെയിൻ സെല്ലിന് പറയുന്നതാണ് ന്യൂറോൺ ആ ന്യൂറോണിന് എങ്ങനെയാണ് ബില്യൺസ് ഓഫ് ന്യൂറോൺസ് ഉണ്ടാവും അതിൻ്റെ ഭാഗം വരെ വരച്ച് എഴുതുകയാണെങ്കിൽ ആ മൂന്ന് മാർക്ക് ഫുള്ള് കിട്ടും ഇവിടെ നോക്കാം cell body receives information from dendrite dendrite എന്ന് പറയുന്നത് ഈ നാരികളാണ് കണ്ടോ ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് ഈ നാരികളാണ് ഈ നാരികൾ receives information from dendrites and if enough stimulation is received, the enough stimulation is received, the message is passed to the axon. ഞാൻ കൂടുതൽ പറഞ്ഞ് കോംപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല ഇത്ര മാത്രം മനസ്സിലാവൂ നോ ഓർ യെസ് എന്ന രീതിയിലുള്ള ആക്ഷനാണ് ഇവിടെ എപ്പോഴും നടക്കുന്നത് ഒന്നില്ലെങ്കിൽ ഇത് ഇലക്ട്രിക് ഇമ്പൾസ് ചാർജ് ചെയ്ത് ഷൂട്ട് ചെയ്യും അല്ലെങ്കിൽ ചെയ്യില്ല അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ ഇലക്ട്രിക് ഇമ്പൾസിൻ്റെ ഇതിൻ്റെ ഇഫക്റ്റീവ്നെസ് വരുന്നുണ്ടെങ്കിൽ it is based on the neurotransmitter which neurotransmitter which chemical is getting past അതുകൊണ്ടാണ് ഇവിടെ cell receives information from dendrites and body കിട്ടുന്നു എങ്ങനെയാണെങ്കിൽ and if enough stimulation is received the message is passed to the action ഇപ്പം ആരെങ്കിലും മൊബൈലിൽ ഇരുന്നാണ് ഇത് കാണണമെങ്കിൽ they may not be able to understand ലാപ്ടോപ്പിലായിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഭംഗിയായിട്ട് കാണാൻ പറ്റും നൗ ആക്സൺ ഇതിൻ്റെ സ്പീഡാണ് ഇതാണ് ഇവിടെ ഒരു മെലിയൻ ഷീത്ത് കാണാം ഇതാണ് ആക്സൺ കണ്ട ആക്ഷൻ മെലിയൻ ഷീത്ത് അതിൽ റാൻവിയർ എന്ന് പറയുന്ന ഒരു ബ്രേക്കിംഗ് ആണിത് എല്ലാം ഇതിൽ എഴുതിയിട്ടില്ല ഞാൻ പറഞ്ഞതാണ് റാൻവിയർ അപ്പോൾ ഇതിൻ്റെ സ്പീഡ് കൂട്ടാനായിട്ട് റാൻവിയർ ആണ് സഹായിക്കുന്നത് ഈ ജോയിനിങ് പോർഷൻസ് അപ്പോൾ ഈ ഇവിടെ നിൽക്കുന്നു അവൾ ഇതിൻ്റെ മുമ്പിലെ അടുത്ത ന്യൂറോണിൻ്റെ ആക്സൺ നിൽക്കും ഇതിൻ്റെ ഇടയിലാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത് ഇത് വിത്തിൻ നോട്ട് ടൈം ഇത് ദേഷ്യം വരികയൊക്കെ ചെയ്യുമ്പോൾ എല്ലാ ന്യൂറോണും ആക്റ്റീവ് ആവും അപ്പൊ നിങ്ങൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് കെമിക്കലൊക്കെ പഠിച്ചിട്ടുണ്ട് അതെന്താന്ന് പറഞ്ഞു തരാം നോക്കൂ എങ്ങനെയാണ് ആ ഇലക്ട്രിക് ഇമ്പൾസ് ചാർജ് ആവുന്നതെന്ന് കാണിക്കുന്നതാണത് ഇത് കണ്ടോ ഒരു ഡെൻഡ്രൈറ്റിലേക്ക് കെമിക്കൽ വരുന്നു റെഡിൽ വരുന്നത് ആരെങ്കിലും കാണുന്നുണ്ടോ എനിബഡി ഡെൻഡ്രൈറ്റിലേക്ക് ഇത് വരുന്നു ഇത് നേരെ ആക്സനിലേക്ക് കൂടെ പോയി ആക്സൺ ടെർമിനലിൽ എത്തുന്നു ഈ ടെർമിനലിന്റെ ഈ ഭാഗത്ത് അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ്സ് ഇരിക്കുന്നുണ്ടാവും അത് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും അങ്ങനെ ട്രാൻസ്ഫറിങ്ങാണ് നടക്കുന്നത് സോ ഇവിടെ വായിച്ചു നോക്കൂ in a neuron communication occurs through the action potential neural impulse that carries information along the axon of a neuron ഇതാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയുന്നത് Between the neurons, communication occurs through transmission of neural information across the synapse by neurotransmitters. അതാണ് ന്യൂറോ അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്ററെ കുറിച്ചും നിങ്ങൾക്ക് ഷോർട്ട് ഷോർട്ട് നോട്ട് ചോദിക്കാം അപ്പോൾ the chemicals released by neurons that alter activity of other neurons അപ്പോൾ മറ്റേ ആക്ടിവിറ്റി ഒരേ ന്യൂറോൺ ആദ്യം പിടിക്കുന്നു ഡെൻഡ്രൈറ്റ് പിടിക്കുന്നു അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലേക്ക് കൊടുക്കുന്നു അതാണ് ഈ എഴുതിയിരിക്കുന്നത് chemical released by neurons that alter activity of other neurons so ഞാൻ ഇതെല്ലാം ആക്സിഡൻ്റ് എങ്ങനെയാണ് ഇൻഫോമേ ന്യൂറോ ട്രാൻസ്മിറ്റർ പൊതിയുന്ന എങ്ങനെയൊക്കെയാണെന്നൊക്കെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ തരം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് ഇതൊക്കെ എഴുതാൻ നിങ്ങൾക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ എഴുതണം major neurotransmitters serotonin acetylcholine dopamine സന്തോഷം നൽകുന്നത് അത് നിങ്ങൾ പഠിക്കേണ്ട അടുത്ത കൊല്ലം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല മൂഡ് ഡിസോർഡറിനും ഡൊപ്പമൈൻ്റെ കാരണം കൊണ്ടാണ് ഇതുണ്ടാവാത്തത് മൂഡ് പോവാ കാരണം ഡപ്പാമേൻ വരാത്തത് കൊണ്ടാണ് പിന്നെ എപ്പിനഫ്രൈൻ എപ്പിനിഫ്രൈൻ എന്ന് പറയുന്നത് അഡ്രിനാലിൻ നോർ അഡ്രിനാലിൻ എന്ന് പറയുന്നതാണ് സോ ഇനി നിങ്ങളെ ഒരു മെസ്സേജ് ഇവിടെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് ഞാൻ പറയണ കേൾക്കണം ഇപ്പോൾ നമ്മൾ സൈക്കോളജി ബി എ മലയാളം പഠിച്ചാലും even if you study B A Malayalam you can study psychology in IGNOU പല ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡലിൽ ഇത് പോസിബിൾ ആണ് ഏതെങ്കിലും ഗ്രാജുവേഷൻ മതി അപ്പോൾ നമ്മൾ ഈ ബ്രെയിനും എൻഡോക്രൈൻ സിസ്റ്റം ഒന്നും പഠിക്കാതെ നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ എന്ത് പറ്റുമെന്ന് അറിയാമോ നമുക്ക് സൈക്കാട്രിസ്റ്റിനൊക്കെ പുച്ഛമായിരിക്കും നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഒരു സൈക്കാട്രിസ്റ്റ് ഒരു വെൽ ക്വാളിഫൈഡ് സൈക്കാട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആറ് കൊല്ലത്തെ ഹോം സർജൻ ഹൗസ് സർജൻസി അടക്കം ആറ് കൊല്ലത്തെ എം ബി ബി എസ് കഴിഞ്ഞ് പിന്നെ മൂന്ന് കൊല്ലത്തെ എം ഡി പിന്നെ മൂന്ന് കൊല്ലത്തെ ഡി എൻ ബി കഴിഞ്ഞ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വർഷം പഠിച്ചവരാണ് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള സൈക്കാട്രിസ്റ്റുകൾ അപ്പോൾ അവർ മരുന്ന് കൊടുത്ത് പ്രിസ്ക്രിപ്ഷനും അവരുടെ അഭിപ്രായം പറയുമ്പോൾ ബി എ മലയാളം പഠിച്ചാൽ പോലും എം എ സൈക്കോളജി പഠിക്കാം അതിൽ തന്നെ ഇത്തിരി എൻഡോക്രൈൻ സിസ്റ്റം ബ്രെയിനും പഠിക്കാനുള്ള അതങ്ങ് വിട്ടുകളയും ചെയ്യും എന്നിട്ട് നമ്മൾ സൈക്കോള സൈക്കാട്രിസ്റ്റിനെ പറയും സൈക്കാട്രിസ്റ്റ് എന്തറിയാം സൈക്കോളജിസ്റ്റ് വിചാരിച്ചൊക്കെ മാറ്റാം എത്ര നോൺസെൻസ് ആണെന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാനാണ് ഞാൻ ഈ സ്ലൈഡ് ഉപയോഗിക്കുന്നത് ഓക്കെ ക്ലാസ് നൂറ്റി എഴുപതോളം പേരുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാം ഒരു നോർമൽ മെസ്സേജ് ഇതൊരു സെല്ലായി കരുതുക ഇതിനെ കാണുന്ന ഒരു സെല്ലായി കരുതുക ഒരു നോർമൽ മെസ്സേജ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി കെമിക്കൽ കയറി വരണം അടുത്തത് ചിലതിനെ ബ്ലോക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഉദാഹരണമായിട്ട് പറയാം ദാ ബ്ലോക്ക് ചെയ്യുക ഇത് നോർമലാണേ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഡോക്ടേഴ്സിന് A D H D attention deficit hyperactivity disorder ഉള്ളപ്പോൾ എന്ത് വേണം ബ്ലോക്ക് ചെയ്യേണ്ടതായിട്ട് വരും ചിലപ്പോഴോ കടത്തിവിടേണ്ടി വരും ചില കെമിക്കൽ കടന്ന് പോ നോർമൽ ആയിട്ടുള്ളതാണെങ്കിൽ കടക്കേണ്ടത് കടക്കും കടക്കേണ്ടാത്തത് കടക്കില്ല അതാണ് ഹെൽത്തി പക്ഷെ കടത്തി വിടേണ്ടതിനെ കടത്തി വിടാൻ വേണ്ടിയിട്ട് അപ്പൊ രണ്ട് തരം ഡ്രഗ് ഉണ്ട് agonistic drug mimic shape and enhance neurotransmitter ന്യൂറോ ട്രാൻസ്മിറ്ററിനെ കടത്തി വിടാനുള്ളതാണ് അഗോണിസ്റ്റിക് ഡ്രഗ് ഇനി അൻഡഗോണിസ്റ്റിക് ഡ്രഗ് എന്ന് പറഞ്ഞാൽ fill the site and block the neurotransmitter അപ്പൊ എപ്പോഴാണ് അൻഡാഗോണിസ്റ്റ് ഡ്രഗ് വേണ്ടി വരുന്നത് ഒരു കുട്ടിക്ക് എ ഡി എച്ച് ഡി ഉണ്ട് അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ നമ്മള് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഒക്കെ അടുത്തെല്ലാം പഠിക്കും സിവിയർ ഒബ്സഷൻ സിവിയർ ഒബ്സഷൻ അല്ലെങ്കിൽ കമ്പൽഷൻ ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത അവിടെയൊക്കെ എന്താ they have to block certain neurotransmitters ചില ചില ന്യൂറോ ട്രാൻസ്മിറ്ററിനെ കടത്തിവിടേണ്ടി വരും ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യേണ്ടി വരും ബ്ലോക്ക് ചെയ്യുന്നത് ആണ് അൻഡാഗോണിസ്റ്റിക് കടത്തിവിടേണ്ടി വരും അഗോണിസ്റ്റിക് അപ്പം അങ്ങനെയുള്ള ഡ്രഗുകൾ കൊടുക്കണമെങ്കിൽ നമുക്ക് നമ്മൾ ഫാർമക്കോളജി പഠിച്ചിട്ടില്ല മെഡിക്കൽ സയൻസ് പഠിച്ചിട്ടില്ല നമുക്ക് അതിന് ലൈസൻസ് ഇല്ല നമ്മുടെ കയ്യിലുള്ള തെറാപ്പികളാണ് അടുത്ത കൊല്ലം ഇതിൻ്റെ തെറാപ്പികളെ നിങ്ങളെ പഠിപ്പിക്കും ഇക്കൊല്ലം തന്നെ നിങ്ങളിപ്പോൾ ഒരു ക്ലാസ്സിലല്ലേ ആകെ ഇരുന്നുള്ളൂ എൻ്റെ ഒരു മൂന്ന് മണിക്കൂർ ആറ് മണിക്കൂർ നേരത്തെ ക്ലാസ്സിലും പിന്നെ ഇന്ന് എൻ്റെ തന്നെ ക്ലാസ്സിലിരിക്കുന്നു നിങ്ങൾ ഓരോ സബ്ജക്റ്റ് പഠിപ്പിക്കാൻ പല ട്യൂട്ടേഴ്സ് വരും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ബോഡി കെമിസ്ട്രി വർക്ക് ചെയ്യുന്നത് ഏത് ബിഹേവിയൽ തെറാപ്പി പാവലോവിൻ്റെ തെറാപ്പി ഉപയോഗിച്ച് എന്തൊക്കെ രോഗങ്ങളിൽ ട്രീറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പല ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ട്രീറ്റ് ചെയ്യാനായിട്ട് പാവലോവിൻ്റെ തിയറി ഉപയോഗിക്കാം അപ്പോൾ അത് മാത്രം മതിയാവില്ല ഡോക്ടർ മരുന്ന് കൊടുക്കുകയും കൂടുതലായിട്ട് വരും പ്രത്യേകിച്ച് സിവിയർ കേസിൽ അപ്പോൾ അതാണ് ഡോക്ടർ ചെയ്യുന്ന രീതികളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇനി നിങ്ങളെ ഈ എൻഡോക്രൈൻ സിസ്റ്റം പഠിപ്പിക്കാനായിട്ട് ഞാൻ വളരെ വിശദമായിട്ട് പഠിപ്പിക്കാം ഇതേ പിക്ചറുള്ള വേറൊരു സ്ലൈഡ് എടുക്കുകയാണ് നിങ്ങൾക്ക് ഒന്ന് രണ്ട് കേസ് സ്റ്റഡി പഠിപ്പിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രാധാന്യം കെമിസ്ട്രിയുടെ ബ്രെയിൻ കെമിസ്ട്രിയുടെ പ്രാധാന്യം മനസ്സിലാവും എന്തുകൊണ്ട് മെഡിക്ക മെഡിക്കേഷൻ ആവശ്യമാണെന്ന് മനസ്സിലാവും നമ്മുടെ കയ്യിൽ നിൽക്കാത്തതിന് മെഡിക്കേഷൻ അത്യാവശ്യമാണ് എന്നൊരു ബോധം കൂടി സൈക്കോളജിസ്റ്റ് ഉണ്ടാവണം അപ്പൊ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്യാപ്ഷനാണ് sad any moment of sadness is a lost opportunity remain happy അതായത് നമുക്ക് എൻ്റെ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ദുഃഖം ഉണ്ടാവും ശരിയാണ് പക്ഷേ ടെക്നിക്കലി എന്താണ് ദുഃഖം കൊണ്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്തോഷിക്കാനുള്ള സമയം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് that is why this caption ഇത് my own caption this sad any moment of sadness is a lost opportunity to remain happy അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഞാൻ ക്ലാസ്സിൽ കഴിച്ചു ചോദിച്ചു സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ് അവസാന ക്ലാസ്സിന്റെ അവസാന അവറായപ്പോഴാണ് എടുത്തത് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു ടെൻഷനാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല ഇപ്പൊ ഈ ക്ലാസ്സിൽ അത് കേൾക്കാത്ത ഭൂരിഭാഗം പേരുണ്ടാവും അവർക്ക് മനസ്സിലാവില്ല എന്താണ് സ്ട്രെസ് അഥവാ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഡെഫിനിഷൻ പറഞ്ഞത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ basically lack of resources for ഏതെങ്കിലും ഒരു വിഷയത്തെ അതിജീവിക്കാൻ ഏതെങ്കിലും ഒരു വിഷയത്തെ മറികടക്കാൻ നമുക്ക് വേണ്ടത്ര റിസോഴ്സ് ഇല്ല എന്ന തോന്നലാണ് സ്ട്രെസ് അപ്പൊ സ്ട്രെസ് നമുക്ക് റിസോഴ്സ് ഉണ്ട് എങ്കിൽ ഒരു മെഡിക്കൽ ഡോക്ടർ കുട്ടിക്ക് പനി വന്നു ഈ എക്സാമ്പിൾ അല്ല ഞാൻ ഇന്നലെ പറഞ്ഞത് അപ്പോൾ പനി വന്നു നമ്മൾ സാധാരണക്കാരൻ പേടിക്കണ പോലെ അവർ പേടിക്കില്ല ഓ കുഴപ്പമില്ലാണ് അതിന് കുറച്ച് ചെറിയ ചൂടേ ഉള്ളൂ ടെമ്പറേച്ചർ നോക്കിക്കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ത്രോട്ട് ഇൻഫെക്ഷനോ വല്ലതും ഉണ്ടോ വേറെ ഒന്നുമില്ല മരുന്നൊന്നും കൊടുക്കണമെന്നില്ല നമ്മളാണെങ്കിൽ ഉടനെ എടുത്ത് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിയെ പോലീസ് അന്വേഷിച്ചു വന്നു ഞാൻ ഇഗ്നോയിൽ പഠിപ്പിക്കണ്ടെങ്കിലും കുറേ കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മക്കളെ ആരെങ്കിലും പോലീസൊക്കെ അന്വേഷിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ആവും പക്ഷേ ഒരു ക്രിമിനൽ അഡ്വക്കേറ്റിനാണെങ്കിലോ ഒന്നുമില്ല നന്നായി വിളിച്ച് അന്വേഷിക്കുക എന്താ പ്രോബ്ലം അതേ ഉള്ള പ്രോബ്ലം അത് ഞാൻ തന്നെ വന്ന് ജാമ്യം എടുക്കേണ്ട കാര്യമുള്ളൂ അത് അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് പറഞ്ഞ കേസ് സെറ്റിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ അവർക്കറിയാം ഇപ്പം റിസോഴ്സ് ഉണ്ടെങ്കിൽ സ്ട്രെസ് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കൂ പിന്നെ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ടുള്ള ചെക്കിംഗ് ഇതാ ഞാൻ കാണിച്ചു തരാം ഇത്രയും കാര്യങ്ങൾ ഞാൻ വായിക്കുക അപ്പം മനസ്സിലാവും perspiration sweaty hands increased heart beat trembling nervous tics dryness of throat and mouth tiring easily urinating frequently, sleeping problems, diarrhea, indigestion, vomiting, butterflies in stomach, headaches, premenstrual tension, pain in the neck and lower back, loss of appetite over overeating, susceptibility to illness. അപ്പോൾ ചിലർക്കുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അസുഖം വരും അതൊക്കെ ഈ സ്ട്രെസ് കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ ഈ ക്ലാസ്സിൽ എന്ന് തോന്നുന്നു നൗ ഇവിടെയാണ് ഞാൻ നിങ്ങളുടെ ഈ ന്യൂറോണിൻ്റെയും എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെയും പ്രവർത്തനം എങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു മൂന്ന് സ്റ്റോറിയിലൂടെ പറഞ്ഞുതരാം ഇതൊക്കെ ഇന്നലെ ക്ലാസ്സിൽ പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പറയാൻ കഴിയില്ല എല്ലാവരും അലേർട്ടാണെന്ന് വിശ്വസിക്കുന്നു വളരെ വിശദമായിട്ട് ഒരു സ്റ്റോറിയിലൂടെ ഇതിൻ്റെ പ്രവർത്തനം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഒരു you just imagine that in a family there is a husband and wife ഒരു ഭാര്യയും ഭർത്താവും ഒരു മകളുമാണുള്ളത് ഉള്ളത് ആദ്യം ഇവരുടെ ഈ എപ്പോഴും നമ്മൾ മനസ്സിലാക്കാം നമുക്ക് തന്നെ ഒരു ചേഞ്ച് വരുത്താൻ കഴിയില്ലെങ്കിൽ നമ്മൾ സൈക്കോളജി പഠിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല അപ്പോൾ നമുക്കൊരു പേഴ്സണാലിറ്റി ആയിട്ട് ഇതിനെ ഒന്ന് ബന്ധപ്പെടുത്തി നോക്കാം ഈ സ്ട്രെസ് കെമിക്കൽ എങ്ങനെയാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു റിസോഴ്സായി മാറുന്നത് നമ്മൾ പറഞ്ഞു ഒരു ഒരു വിഷയത്തെ അതിജീവിക്കാൻ നമുക്ക് വേണ്ടത്ര റിസോഴ്സ് ഇല്ലാത്തതാണ് സ്ട്രെസ്സിന് കാരണം പേഴ്സണാലിറ്റി ഇറ്റ്സെൽഫ് ഒരു റിസോഴ്സാണ് വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരു റിസോഴ്സാണ് നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ ഒരു അച്ഛനും അമ്മയും സുന്ദരിയായ ഭാര്യയും മകളും ആയിട്ട് ഒരച്ഛൻ ഒരന്യ നാട്ടിലേക്ക് പോകുകയാണെന്ന് വിചാരിക്കും ആദ്യമായിട്ട് പുതിയൊരു നാട്ടിലേക്ക് പോവുകയാണ് അവിടെ ഒരു ഫംഗ്ഷനോ കൂട്ടുകാരോ ആരെങ്കിലും ഒന്ന് വിളിച്ച് കല്യാണത്തിന് വിളിച്ചിട്ടോ പോകുകയാണ് അവിടെ ചെന്ന് is quite new to him that place is quite new to him അപ്പൊ ഞാൻ നിങ്ങളോട് പ്രതികരിക്കാൻ പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ പ്രതികരിക്കണം അപ്പോഴേ ഇത് സ്റ്റോറി പൂർണ്ണമാവുള്ളൂ അവിടെ ചെല്ലുമ്പോൾ ഒരു കള്ളുകുടിയൻ ഈ അച്ഛനെയും അമ്മയും ഈ പെൺകുട്ടിയൊക്കെ ഉപദ്രവിക്കാൻ വരും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞു പേഴ്സണാലിറ്റി ട്രെയ്റ്റാണ് നിങ്ങൾ ട്രേറ്റ് തിയറി പഠിക്കുക എം ബി എസ് സി ത്രീയിൽ നിങ്ങൾ ട്രേറ്റ് തിയറി വിശദമായിട്ട് പഠിക്കുക അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞത് ഓർക്കുക ട്രെയ്റ്റ്സ് ട്രെയ്റ്റ് ക്യാരക്ടർ എന്നല്ല പറയുന്നത് ട്രേസ് എന്നാണ് പറയുന്നത് T T R A I T എന്നുണ്ടെങ്കിലും ട്രേസ് എന്നാണ് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ നമ്മൾ ഇതിന് ഇത് പഠിക്കാൻ വേണ്ടി ഈ സബ്ജക്റ്റ് എങ്ങനെ ഇത്രമാത്രം കെമിക്കൽ മാറ്റം വരുന്നു ന്യൂറോ ട്രാൻസ്മിറ്ററും സിനാപ്സും ഒക്കെ നിങ്ങളുടെ ഇതിൽ പറയുന്നുണ്ട് പല മനോരോഗത്തിന് സിനാപ്സിൽ വരുന്ന കെമിക്കൽ ഒക്കെ അപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഞാനിത് കഥ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ അച്ഛൻ ഒരു ഗൃഹസ്ഥൻ ആ ഗൃഹസ്ഥൻ ഒരു ബൈബിളിക്കൻ ആണെന്ന് കരുതുക ബൈബിളിക്കൻ ബൈബിളിക്കൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പൗരോഹിത്യ തുല്യനായ ഒരാൾ വളരെ നല്ല ഫീച്ചേഴ്സ് ഉള്ള ഏറ്റവും നല്ല പെരുമാറ്റം മനസ്സവാച കർമ്മം ആരും ദ്രോഹിക്കില്ല ഒരു ചീത്തവാക്കും പറയില്ല അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു വൈദികൻ വൈദിക വൈദികനല്ല വൈദിക ധർമ്മമുള്ള വൈദിക മൂല്യമുള്ള ഒരാളാണ് ഈ ഗൃഹനാഥൻ എന്ന് കരുതുക അദ്ദേഹമാണ് സ്വന്തം ഭാര്യയെയും സുന്ദരിയായ ഭാര്യയെയും മകളെയുമായിട്ട് ഒരു നാട്ടിൽ ചെല്ലുന്നത് അവിടെ ഒരു തെമ്മാടി ഒരു കള്ളുകുടിയൻ മോശമായി പെരുമാറാൻ നോക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞ ആ ഡെഫിനിഷൻ നോക്കണം ഈ വ്യക്തി ആരാണ് ഒരു ബൈബിളിക്കനായ ഒരാളാണ് പൗരോഹിത്യ തുല്യമനായ ഒരാളാണ് ഈ ആള് ഈ സിറ്റുവേഷനെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി ഇത്രയും പേരില്ല അതുകൊണ്ട് എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുക ആ സിറ്റുവേഷനെ ആ വ്യക്തിയെ ഉപദേശിക്കുമായിരിക്കും ഡെഫിനറ്റ്ലി വേണമെങ്കിൽ കാല് പിടിക്കും ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ അയാളുടെ കാല് വരെ പിടിക്കും ദയവായിട്ട് ഞങ്ങളെ ഉപദ്രവിക്കില്ല ഞങ്ങൾ വേണമെങ്കിൽ തിരിച്ചു പൊക്കോളാം ഞങ്ങൾ ഇവിടെ ഒരു ഫംഗ്ഷന് വന്നതാണ് അതും അല്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാരെ കൈകൊട്ടി വിളിക്കും ദേ ഇയാൾ ഉപദ്രവിക്കാൻ വരണമെന്ന് ശല്യം ചെയ്യാതിരിക്കും അതും അല്ലെങ്കിൽ ഈ ഗൃഹസ്ഥൻ എന്ത് ചെയ്യും അദ്ദേഹത്തിന് ദേഷ്യമൊക്കെ വരുന്നുണ്ടാവും പക്ഷേ മകളുടെയും ഭാര്യയുടെ മുമ്പിൽ കയറി നിൽക്കും എന്നെ എന്ത് വേണമെങ്കിൽ ചെയ്തോ എൻ്റെ ഭാര്യയും മകളെ ഒന്നും ചെയ്യരുത് ഇതിന് ഇത്രയും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ചൊരു വാക്കാണ് ഞാനിവിടെ ഉപയോഗിക്കാൻ പോണേ ഈ ഇപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള കെമിക്കൽ ആ കെമിക്കൽ എങ്ങനെയാണ് ഉണ്ടായെന്ന് പറയാം അതിൻ്റെ പേരും പറയാം ഇതിൻ്റെ കെമിക്കലിൻ്റെ പേരാണ് flight chemical F L I G H T epinephrine norepinephrine തുല്യ ഈക്വലൻ്റ് ആയിട്ടുള്ള അടങ്ങിയിട്ടുള്ള ഫ്ലൈറ്റ് ഈക്വലൻ്റ് കെമിക്കൽ നിങ്ങൾ പത്താം ക്ലാസ്സിൽ എപ്പോഴെങ്കിലും പഠിച്ചായിട്ട് ഓർക്കണ്ടോ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നുള്ളത് ആരെങ്കിലും അതാ ഇതാണ് ഈ ഫ്ലൈറ്റ് കെമിക്കൽ ഓടി രക്ഷപ്പെടാൻ നോക്കുക ഫ്ലൈറ്റ് കെമിക്കൽ അത് എങ്ങനെയാണ് ഉണ്ടാവണേന്ന് നമുക്ക് നോക്കാം ഇവിടെ നോക്കൂ ഹൈപ്പത്തലാമസ് ഇപ്പം ഹൈപ്പത്തലാമസിനെ കുറിച്ചൊക്കെ ഒരു ഷോർട്ട് ഔട്ട് ചോദിച്ചാൽ എഴുതാൻ പറ്റണം hypothalamus is the clock of the body ഇതാണ് ഹൈപ്പത്തലാമസ് കാണിച്ചത് അപ്പോൾ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഈ ക്ലോക്ക് ഓഫ് ദി ബോഡി എന്താ ഇതിനെ ക്ലോക്ക് ഓഫ് ദി ബോഡി എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് ജെറ്റ് ലാക്ക് ഇപ്പോൾ അമേരിക്ക എന്ന ഒരാൾ നമ്മുടെ നാട്ടിൽ വന്നാൽ അയാൾ പതുക്കെ ഉറക്ക ഉറങ്ങാനുള്ള പുറപ്പാടിലായിരിക്കും കുറച്ച് മണിക്കൂറുകൊണ്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ആറു മണിയൊക്കെ ആയുള്ളൂ ഇപ്പോഴല്ല ഒരു മൂന്നാല് മണിക്കൂറിന് കഴിഞ്ഞാൽ അയാൾ ഉണരാനുള്ളതിലായിരിക്കും നമുക്ക് നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് രാത്രി ആകുമ്പോഴത്തേക്കും അവിടെ പകലാവാനായി പോണത് അപ്പോൾ ജെറ്റ് ലാഗ് എങ്ങനെയാണ് ജെറ്റ് ലാഗ് അദ്ദേഹത്തിന് അദ്ദേഹം ഇപ്പോൾ ഉറക്കം കഴിഞ്ഞ് എഴുന്നേക്കാണ് സോറി ഉറങ്ങാനല്ല ഇപ്പോൾ ഉറക്കം കഴിഞ്ഞ് എഴുന്നേക്കായിരിക്കും അപ്പോൾ പിന്നെ പുള്ളിക്ക് ഉറങ്ങാൻ പറ്റില്ല നമ്മളാണെങ്കിൽ ഉറക്കത്തിലേക്ക് പോവുകയാണ് സോ ഇതിനാണ് പറയുന്നത് ജെറ്റ് ലാഗ് എന്ന് പറയുന്നത് എന്ന് പറയുന്ന പോലെ ഈ hypothalamus is the clock of the body hypothalamus എന്തൊക്കെ ചെയ്യുന്നു നമ്മുടെ ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് അതിനറിയാം ഹാർട്ട് ബീറ്റ് എത്രയായിരിക്കണം എന്നറിയാം ഷുഗർ എത്രയായിരിക്കണം എന്നറിയാം തൈറോയിഡ് ലെവൽ എത്രയായിരിക്കണം എന്നറിയാം ഇതൊക്കെ ഹൈപ്പോത്തലാമസിന് അറിയാം സോ ഇവിടെ ഇവിടുത്തെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം ഈ ഹൈപ്പോത്തലാമസ് ആരുടെ ഹൈപ്പോത്തലാമസ് ആയിരുന്നു നമ്മളിപ്പോ നമ്മളിപ്പോ പറഞ്ഞ ഹൈപ്പോത്തലാമസ് ആരുടെ ഹൈപ്പോത്തലാമസ ബൈബ്ലിക്കിന് തുല്യമായിട്ടുള്ള ഒരാൾ അതായത് ശരിക്കും പൗരോഹിത്യ മൂല്യങ്ങളുള്ള ഒരാളുടെ ഹൈപ്പോത്തലാമസ് ആണ് ഇദ്ദേഹത്തിനുള്ളത് ആരോടും വഴക്കിടരുത് പിണങ്ങരുത് തമ്മിൽ തല്ലരുത് എന്ന് പഠിച്ചിട്ടുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഈ സിറ്റുവേഷനെ ഒന്ന് ഇവിടുന്ന് ഒഴിഞ്ഞു മാറി പോവാൻ ശ്രമിക്കും അങ്ങനെ ഒഴിഞ്ഞു മാറി പോവാൻ ശ്രമിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഹൈപ്പോത്തലാമസ് എന്ത് ഉപദേശിക്കും ഇദ്ദേഹത്തെ പെട്യൂട്രിയോടാ പറയണേ നോക്കൂ pituitary is the master gland പെട്യൂട്രിയോട് പറയും make epinephrine, norepinephrine chemicals equivalent to flight ആരോടാ പറയണത് അഡ്രീനൽ ഗ്ലാൻഡിനോട് നോക്കൂ ഇത് റീനൽ എന്ന് പറയുന്ന കിഡ്നി കിഡ്നിയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഇത് മുത്തി പോലെ കാര്യമാണ് അഡ്രീനൽ അഡ്ജസൻ ടു റീനൽ ഉണ്ടാക്കാൻ പറയും അത് നേരെ ഈ ബ്ലഡിലേക്ക് കലരും ബ്ലഡിലേക്ക് കലർന്ന് ബ്രെയിനിലെത്തും ബ്രെയിനിലെ ഒരു ന്യൂറോണിലെത്തും ആ ന്യൂറോണിലെ ഡെൻഡ്രൈറ്റ് ആക്സണിൽ കൂടി കൊണ്ടുപോയി ആക്സൺ ടെർമിനലിലെത്തി ഇവിടെ ആ കെമിക്കൽ വീണ്ടും പ്രവർത്തിച്ച് അടുത്ത ന്യൂറോണിലേക്ക് പോകും അങ്ങനെ നിമിഷങ്ങൾ കൊണ്ട് ഈ ന്യൂറോൺ മുഴുവൻ വ്യാപിക്കും ഇയാൾ ആക്ട് ചെയ്യും ഇയാൾ ഓടിപ്പോവാനുള്ള ഇതിലാണ് ഇവിടെ എന്താണ് ഫ്ലൈറ്റ് കെമിക്കലാണ് ഓടിപ്പോവാനാണ് ശ്രമിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കുറച്ച് മനസ്സിലായെന്ന് വിചാരിക്കണു ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇതും കൂടി ഞാനൊന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവും ഈ ബൈബിളിക്കനായിട്ടുള്ള ഒരാൾക്ക് പകരം ബൈബിളിക്കനായിട്ടുള്ള ഒരാൾക്ക് പകരം ഞാൻ ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ശുദ്ധ തെമ്മാടിയായിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക ഒന്ന് പറഞ്ഞ രണ്ടാം വാക്കിന് തല്ലുണ്ടാക്കുകയും പോലീസ് സ്റ്റേഷനിലെ കേസുകളും ഒക്കെ ഉള്ള ആളാണ് എന്ന് വിചാരിക്കും അപ്പൊ ഈ ആള് ഇതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും മകളെയും കൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നു അവിടെ ഇതുപോലെ ഒരു തെമ്മാടി ഉപദ്രവിക്കാൻ വരുന്നു ഈ തെമ്മാടിയായ നേരത്തെ ബൈബിളിക്കനായ അച്ഛനായിരുന്നു ഇവിടെ തെമ്മാടിയായ അച്ഛനാണ് ഈ തെമ്മാടിയായ അച്ഛൻ എങ്ങനെയായിരിക്കും ഇഷ്ടംപോലെ പോലീസ് കേസും ഒക്കെ ഉണ്ട് തെമ്മാടിയായ അച്ഛൻ ആ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യാ ആ ഫൈറ്റ് അതാണ് ഫൈറ്റ് അതെ അടിച്ചിടും ആരോഗ്യം പോലും നോക്കില്ല അടിച്ചിടും ഇപ്പൊ എന്ത് പറയും ഇത് ആരുടെ തലാമസ് ആയിരുന്നു ഈ അച്ഛൻ്റെ തെമ്മാടിയായ അച്ഛൻ്റെ ഹൈപ്പോത്തലാമസാണ് പുള്ളി പുള്ളിയുടെ പെറ്റിയോട്ട് പുള്ളിയുടെ ഹൈപ്പോത്തലാമസ് പെറ്റിയോട്ടോട് എന്ത് പറയും ഫൈറ്റ് ഈക്വലൻ്റ് എപ്പിനിഫ്രൈൻ നോറെപ്പിനിഫ്രൈൻ ചെയ്യാൻ പറയും ഫൈറ്റ് ഈക്വലൻ്റ് എപ്പിനിഫ്രൈൻ നോറെപ്പിനിഫ്രൈൻ ഉണ്ടാക്കാൻ പറയും അപ്പോൾ what what you are trying to understand you sir ഈ ഫൈറ്റ് ഈക്വലൻ്റ് കെമിക്കൽ ഉണ്ടായി കഴിയുമ്പോൾ അടിച്ചിടാനുള്ള ടെൻഡൻസി വരും ഇപ്പൊ മനസ്സിലായോ എന്തുമാത്രം കെമിക്കലാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുക ഇത് പേഴ്സണാലിറ്റി ട്രൈറ്റ് ആയിട്ടും കൂടി ബന്ധപ്പെട്ടിരിക്കണം അപ്പൊ കൗൺസിലിംഗ് ചെയ്ത് ഒരാളുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ് മാറ്റണമെങ്കിൽ കൗൺസിലർക്കുള്ള ഇതെന്താ നമ്മുടെ കയ്യിൽ മെഡിസിൻ അല്ല ഉള്ളത് മറിച്ച് പോലെ തെറാപ്പികളാണ് ഉള്ളത് അപ്പം നിങ്ങളൊക്കെ എനിക്ക് വളരെ അഭിമാനമുണ്ട് നിങ്ങൾ വളരെ അറ്റൻറ്റീവായിട്ട് ഇന്നലെയും ക്ലാസ്സിലിരുന്നു നിങ്ങൾ എന്നെ ഇഷ്ടം പോലെ അപ്രീഷിയേറ്റ് ചെയ്തു ഇനി ഇഷ്ടം പോലെ ടീച്ചേഴ്സ് ഒന്ന് പഠിപ്പിക്കും നമ്മൾ ഒരു ചെറിയൊരു മെമ്മറി ടെസ്റ്റൊക്കെ ക്ലാസ് ചെയ്ത് കാണിച്ചു ഒരു വാക്കിൻ്റെ അർത്ഥം പോലും കളഞ്ഞ് പഠിക്കരുത് അർത്ഥം അറിഞ്ഞ് വേണം പഠിക്കാൻ അതുപോലെ ശ്രമിക്കൂ ഇതൊന്നും കൂടി ഒന്ന് ഇതിന് ഒന്നും കൂടി വിശദമായിട്ട് മനസ്സിലാക്കി തരാൻ ഞാൻ ഈ ഇതേ ബൈബിളിക്ക് തന്നെ മറ്റൊരവസ്ഥയും കൂടി ഒന്ന് പറയുകയാണ് അതായത് ഇപ്പം നിങ്ങൾ എന്താ അഡ്രീനൽ ഗ്ലാൻഡിനെ മാത്രമേ പഠിച്ചുള്ളൂ നമുക്ക് മറ്റത് കൂടിയൊക്കെ അറിയണം ഉദാഹരണമായിട്ട് ഇവിടെ തൈറോയിഡ് അത് തൈറോയിഡിന് ഇന്നലെ വിശദമായിട്ട് പറഞ്ഞു ടി എസ് എച്ചിൻ്റെ ഇതാണ് അത് നിങ്ങൾ എം പി എസ് സി ടൂവിൽ നിങ്ങൾ വിശദമായിട്ട് പഠിക്കും ഇനി സമയം ഞാൻ കളയുന്നില്ല അത് അടുത്ത ഒന്നാണ് പാങ്ക്രിയാസിലുള്ളത് പാങ്ക്രിയാസിൽ ഇൻസുലിൻ ഉണ്ടാവും അതുപോലെ ഗ്ലൂക്കഗോൺ ഉണ്ടാവും അത് അതുപോലെ ടെസ്റ്റസിൽ ഉണ്ടാവുന്നത് പുരുഷന്റെ ടെസ്റ്റസിലാണെങ്കിൽ അവിടെയാണ് എപ്പിനെഫ്ര സോറി ഗൊണഡോട്രോഫിൻ എന്ന് പറയുന്ന കെമിക്കൽ സെക്ഷൽ ഹോർമോൺ ഉണ്ടാവുന്നത് ഇവിടെ നമുക്ക് ഇത് വച്ചിട്ട് ഈ ബൈബിളിക്കൻ്റെ കേസിൽ നിന്ന് എടുത്തു നോക്കാം ബൈബിളിക്കനായിട്ടുള്ള ഒരാൾ ഇത് ഇതേ അവസ്ഥയിൽ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ബൈബിളിക്കൻ ബൈബിളിക്കൻ്റെ ഭാര്യയും മകളും അവിടെ ഇല്ലെന്ന് കരുതുക ഒരു സുന്ദരിയായ ഒരു സ്ത്രീ വന്ന് അന്വേഷിക്കുന്നു ഭാര്യ മകളും ഉണ്ടോ ഇല്ല അവർ ക്ഷേത്രത്തിൽ പോയി വൈകുന്നേരം വരുള്ളൂ അപ്പൊ ഈ ബൈബ്ലിക്കനായിട്ടുള്ള ഈ ഗൃഹനാഥൻ ഈ സ്ത്രീയെ വീട്ടിൽ കയറ്റിയിരുത്തില്ല എന്താ കാരണം ഭാര്യമകളെ അന്വേഷിച്ചാ വന്നത് കയറ്റിയിരുത്തേണ്ട ആവശ്യമില്ല ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ കയറ്റിയിരുത്താൻ പാടില്ല അപ്പോ ഇയാൾക്ക് യാതൊരു സെക്ഷൽ ഫീലിങ്ങും അവിടെ വരുന്നില്ല കാരണം എന്താ ഒരു ബൈബ്ലിക്കനായിട്ടുള്ള ഗൃഹസ്ഥൻ സാധാരണഗതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുകയോ നല്ല ചിന്തകളിലോ ആയിരിക്കും അദ്ദേഹത്തിന് സെക്ഷൽ ഫീലിംഗ് വരേണ്ടതില്ല ഇനി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ശുദ്ധ തെമ്മാടിയായിട്ടുള്ള ഒരാളുടെ വീടാണ് ഭാര്യ മകളെ അന്വേഷിച്ച ഒരാൾ വന്നു ഭാര്യ മകളും അവിടെ ഇല്ല നമ്മൾ കണ്ടിട്ടില്ലേ പല കേസുകളും ഒരു റേപ്പിംഗ് വരെ നടക്കാം അവിടെ എന്ത് പറ്റും ഇദ്ദേഹത്തിന്റെ ഹൈപ്പോ ഈ തെമ്മാടിയായ ഒരാളുടെ ഹൈപ്പോത്തലാമസ് എന്ത് ഉപദേശിക്കും പിറ്റിയോട്ടിയോട് ഈ മേക്ക് ഗോഡോട്രോഫിൻ സെക്ഷൽ റിഡക്ഷൻ ഉണ്ടാവാം ഒരു റേപ്പിംഗ് വരെ നടക്കാം ഇപ്പൊ മനസ്സിലായോ ബോഡിയുടെ കെമിക്കലും നമ്മുടെ ട്രെയ്റ്റും നമ്മുടെ സ്വഭാവവുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ടെന്നുള്ളത് are you clear okay sir നമ്മളെ ബയോളജിക്കൽ ക്ലോക്ക് അല്ലെങ്കിൽ സിർക്കാഡിയം റിതം പീനിയൽ ഗ്ലാൻഡ് അല്ലേ അതെ പിനിയൽ ഗ്ലാൻഡ് അതായത് പിനിയൽ ഗ്ലാൻഡിന് മുഴുവനായിട്ടും അതിന്റെ ഇത് കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ പിനിയൽ അതിന് സന്യാസ ഗ്രന്ഥി എന്നൊരു പേര് തന്നെ വരാൻ കാരണം അത് അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ വളരെ കുറച്ച് മാത്രം പഠിക്കാനുള്ള ഒരു ഇതുണ്ട് കാൾ ഗുസ്താവ് യോഗിന്റെ തിയറി കാൾ ഗുസ്താവിന്റെ യോഗിന്റെ തിയറിയിൽ കുറിച്ച് വളരെ നേരത്തെ തന്നെ ഒന്ന് മെൻഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഇതിനെ സന്യാസ ഗ്രന്ഥി എന്ന് പറയുന്നത് പക്ഷെ ഹൈപ്പോത്തലാമസ് ആണ് ബോഡിയുടെ ക്ലോക്ക് അന്നെന്നുള്ള ഋതത്തെയും എല്ലാം ചെയ്യുന്നത് ഹൈപ്പോത്തലാമസ് ഓക്കെ പറയൂ പറയൂ പറയൂ പറയൂ ഇപ്പൊ പറഞ്ഞില്ലേ ഈ കെമിക്കൽസിന്റെ കാര്യം അഡ്രിനാലിൻ കൂടുമ്പോഴത്തേക്കും നമുക്ക് ഫൈറ്റിനോടോ ഫ്ലൈറ്റിനോ ഫൈറ്റിനോടുള്ള അത് depends depends on your trait നിങ്ങളുടെ ട്രേറ്റിനെ അപേക്ഷിച്ച് സോ സപ്പോസ് നമുക്കിപ്പോ ഇങ്ങനെ തെറപ്പി കൊടുത്തു കഴിഞ്ഞാൽ ഈ കെമിക്കൽസിന്റെ പ്രൊഡക്ഷൻ കുറയുമോ എങ്ങനെയാണ് അത് അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ if a person the client is ready to co നല്ലൊരു ചോദ്യമാണ് നിങ്ങളുടെ ക്ലയൻറ്റ് നിങ്ങളോട് കോപ്പറേറ്റ് ചെയ്യുമെങ്കിൽ നിങ്ങൾ പറയണത് ശരിയാണ് ക്ലയൻറ്റ് കോപ്പറേറ്റ് ചെയ്യും ഇപ്പൊ അവർ നമ്മൾ പറഞ്ഞ തെറപ്പീസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ അത് പക്ഷെ എങ്ങനെയാ ഈ കെമിക്കൽസിനെ റെഡ്യൂസ് ചെയ്യുക അല്ല എങ്ങനെ അഫക്റ്റഡ് ആവുക അതായത് എങ്ങനെയാ കൊച്ചുനാളിലെ മുതൽ ഒരാളെ ടൈം ചെയ്ത് എടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് വന്ന് ടൈം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളിപ്പോ ബിഹേവ് ഫോർ എക്സ് ഓക്കെ നിങ്ങൾ നിങ്ങൾ ഇപ്പൊ ചോയ്സ് ഞാൻ അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ബാധ്യത എനിക്കുണ്ട് I'm only thankful to do that അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും പാവലോവിന്റെ തിയറി വായിക്കാൻ ഇടയായിട്ടുണ്ടോ ഇല്ല സർ പാവ്ലോവിന്റെ തിയറിയിലെ അഞ്ച് കണ്ടീഷൻസ് അദ്ദേഹം പറയുന്നുണ്ട് all behaviours are learned any behaviour can be stopped any major threat in changing in change in the behaviour is spontaneous recovery of a learned behaviour next is generalisation if one can discriminate between good and bad one would accept the best ഇതാണ് ആ തിയറിയുടെ കണ്ടന്റ് അപ്പം നമ്മൾ എന്ത് ചെയ്യും ട്രെയിനിങ് കൊടുക്കും ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞത് വെച്ചിട്ട് നമുക്കൊരു ട്രെയിനിങ് നമുക്ക് നോക്കാം എപ്പോഴും ദേഷ്യം വരുന്ന ഒരു ഭർത്താവ് വീട്ടിൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അടിപിടി ബഹളം ഉണ്ടാക്കി തല്ലിപ്പിരിയും അപ്പോൾ അത് കഴിയുമ്പോൾ ദേഷ്യം അയാൾക്ക് തണുക്കും ഇവിടെ നമ്മൾക്ക് പാവ്ലോവിൻ്റെ അഞ്ച് ടൂൾസ് ഉണ്ട് ഇത് പഠിപ്പിക്കാനിരുന്ന് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല അഞ്ച് ടൂൾ നമുക്ക് നമുക്ക് ടൂളുണ്ട് തിയറിയിലെ നമുക്ക് എല്ലാ തിയറികൾക്കും തെറാപ്പികൾക്കും നമുക്ക് ടൂളുണ്ട് സെക്കൻഡ് ഇയറോടുകൂടി നിങ്ങൾ മുഴുവൻ പഠിക്കും അപ്പോൾ അതിലൊരു ടൂളാണ് one is time out T I M E time O U T out time out നല്ലൊരു എക്സാമ്പിൾ പറയാം ഇത് സാധിക്കുമോ ഇല്ലയെന്നുള്ള ബെസ്റ്റ് എക്സാമ്പിളിലൂടെ ഞാൻ കാണിച്ചു തരണേ നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിക്കുക എന്നൊക്കെ പറയണത് ഇവിടെ നടക്കാറുണ്ടല്ലോ പോലീസ് ചെയ്യാറുണ്ടല്ലോ കളക്ടർ ചെയ്യാറുണ്ടല്ലോ എന്താ അതിൻ്റെ അർത്ഥം നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിക്കുമ്പോൾ എന്താ സംഭവിക്കണേ നിരോധനാജ്ഞ ആൾക്കാരെ കൂട്ടം കൂടാൻ പാടില്ല റയറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു സോഷ്യൽ സൈക്കോളജിയുടെ ഇതാണ് റയറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് മാസ് മോബ് സൈക്കോളജിയുടെ ഭാഗമാണ് ആ സമയത്ത് ഇഷ്ടംപോലെ കെമിക്കൽ ആളുകളിലേക്ക് ഇങ്ങനെ ഇരച്ചു കയറും തമ്മിൽ തല്ലാനും തീ വയ്ക്കാനും കൊടിൽ കത്തിക്കാനും കാറ് കത്തിക്കാനും ഒക്കെ അവർക്ക് ഒരു മടി ഉണ്ടാവില്ല ഇൻഡിവിജ്വലി എടുത്താൽ ഈ ആളുകളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും അപ്പൊ നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിക്കുമ്പോൾ ഇവർ തമ്മി തമ്മി അടു കൂടാൻ പാടില്ല അഞ്ചു പേരെ കൂടുതൽ കണ്ടാൽ വെടിവെക്കാനുള്ള ഉത്തരവ് വരെയൊക്കെ ഉണ്ടെങ്കിൽ ആരും കൂടില്ല അപ്പൊ ഈ കെമിക്കൽ വരൂല എന്ന് പറയണ പോലെ നിങ്ങൾക്ക് ഈ ടൈം ഔട്ട് ഇൻഡിവിജ്വലിൽ വെക്കാൻ പറ്റും അത് അടുത്തതൊന്നാണ് റെസ്പോൺസ് കോസ്റ്റ് എന്ന് പറയും റെസ്പോൺസ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ തടസ്സമുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു ടെക്നിക്കുണ്ട് മറ്റൊന്നാണ് സെൻസിറ്റീവ് ഡിസ് സിസ്റ്റമാറ്റിക് ഡിസെൻസിറ്റൈസേഷൻ ഇങ്ങനെ പല മെത്തേഡിലൂടെ സൈക്കോളജിസ്റ്റ് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കും അതിനോടൊപ്പം തന്നെ സിവിയറിറ്റി കൂടുതലാണെങ്കിൽ മെഡിക്കൽ മെഡിസിൻ കൊടുക്കേണ്ടി വരും ഞാൻ നല്ലൊരു എക്സാമ്പിൾ പറയാം സ്കിന്നറിൻ്റെ തിയറിയിൽ എന്തുണ്ട് അപ്രീസിയേഷനിലൂടെ ഒരു ബിഹേവിയറിനെ കണ്ടിന്യൂ ചെയ്യിപ്പിക്കാം അപ്രീസിയേഷനിലൂടെ ഒരു ബിഹേവിയറിനെ കണ്ടിന്യൂ ചെയ്യിക്കാം പണിഷ്മെന്റിലൂടെ ഒരു ബിഹേവിയറിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാം എന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഇഷ്ടം പോലെ റീഎൻഫോഴ്സ്മെന്റ്സ് ഉണ്ട് എന്തുമാത്രം റീഎൻഫോഴ്സ്മെൻറ്റ്സ് ഉണ്ടറിയാമോ അത് നിങ്ങൾ അപ്ലൈ ചെയ്യണ ഇരിക്കും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ A D D attention deficit disorder ഉള്ള ഒരു കുട്ടിക്ക് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ നീ മിടുക്കനായിട്ടിരുന്നാൽ നിന്റെ ക്ലാസ് ടീച്ചർ നിന്നെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പറയണമെങ്കിൽ വീട്ടിൽ വരുമ്പോൾ അമ്മ ഒരു ഐസ്ക്രീം തരും ഐസ്ക്രീം കൊടുക്കുകയും ചെയ്യണം അവന് അപ്പൊ നോർമൽ എ ഡി ഡി ഉള്ള കുട്ടി എന്ത് ചെയ്യും പിറ്റേ ദിവസം ക്ലാസ്സിൽ അടങ്ങിയിരിക്കോ ഇല്ലയോ അടങ്ങിയിരിക്കും ശരിയല്ലേ പക്ഷേ എ ഡി എച്ച് ഡി ഉള്ള കുട്ടിയാണെങ്കിൽ അറ്റൻഷൻ ആക്സിവി attention deficit hyperactivity A D H D A D H D ഉള്ള കുട്ടിയാണെങ്കിൽ എന്ത് പറ്റും സാധിക്കില്ല കാരണം ഈ കെമിക്കല് അവന്റെ കൺട്രോളിലല്ല ആർ യു ക്ലിയർ അവിടെ മരുന്ന് കൊടുക്കേണ്ടി വരും അപ്പൊ അതാ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാനൊരു ആറ് മണിക്കൂർ ക്ലാസ് എടുത്തു ഇവിടെ കുറച്ച് ക്ലാസ് ഒക്കെ വിട്ടു നിങ്ങൾക്ക് ഇഷ്ടം പോലെ സംശയങ്ങൾ ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചാൽ യു ആർ ഉള്ളി ബിഗിനിങ് നിങ്ങളിത് മുഴുവൻ സെക്കൻഡ് ഇയർ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അയ്യോ ഇതൊക്കെ ആയിരുന്നു എൻ്റെ ടെക്നിക് അപ്പൊ ദയവായിട്ട് എല്ലാ ക്ലാസ്സിലും വന്ന് പഠിക്കൂ അപ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ I hope you are clear about it okay അപ്പോൾ നമുക്ക് ഇതെല്ലാം നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട് ഇന്നലെ തന്നെ ഇന്ന് വീണ്ടും ഒന്നും കൂടി ഇന്നലെ ഇതൊക്കെ ഞാൻ അയച്ചു തന്നിട്ടുണ്ട് പഠിക്കാൻ പറ്റിയില്ല ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് അതുപോലെ തന്നെ പഠിക്കാനുണ്ട് സിമ്പതറ്റിക് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാനുണ്ടാവും നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ വായിച്ചത് ഓർമ്മയുണ്ടോ ഇതൊക്കെ ഓക്കെ എന്തായാലും ഇതിൽ സിനാപ്സിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് ഈ കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബോഡിയിൽ വരണ കെമിക്കലിന്റെ വ്യത്യാസം ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് വരെ എങ്ങനെ മാറ്റിയെടുക്കാം ഇത് ഒരു പാമ്പിനെ കണ്ട് പേടിക്കുന്ന ഒരു കുട്ടിയുടെ പിക്ചറാണെന്ന് വിചാരിക്കും ഇത് ഈ കാണുന്നത് ഈ ഈ ഇടതുവശത്ത് കാണുന്ന പിക്ചർ പാമ്പിനെ കണ്ട് ഭയപ്പെടുന്ന ഒരു കുട്ടിയുടെ പിക്ചറാണ് ഈ കുട്ടി ഒരു പാമ്പിനെ പാമ്പാണെന്ന് അതൊരു കയറായിരുന്നു പാമ്പിനെ കണ്ട ആ കുട്ടി ഭയപ്പെടുകയാണ് പാമ്പാണെന്ന് പത്തി വിടർന്ന് ഒരു കയർ കെട്ടിയിട്ടൊക്കെയായിരുന്നു അതിൻ്റെ പത്തിയൊക്കെ ഈ അതിൻ്റെ കയറിൻ്റെ നാരുകളായിരുന്നു ഒരു കെട്ടുണ്ടായിരുന്നു ആ കയറിന് ആ കയർ കെട്ടി കഴിച്ചിട്ടുള്ള ഭാഗം നാരുകളായിരുന്നു ഈ കുട്ടിയെ കണ്ട് ഭയപ്പെടുക അപ്പോൾ ഒരാൾ പേടിക്കണ്ട മോനെ അങ്കിളൊന്ന് നോക്കട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഭയപ്പാടങ്ങ് വല്ലാതെ കൂടും ആ കുട്ടിയുടെ ശരീരം അതാണ് sympathetic nervous system eh sympathetic nervous system നമ്മുടെ ബോഡിക്ക് നമ്മളോട് സിമ്പതിയാണ് നമ്മളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനാ നോക്കണേ അപ്പൊ താനെ കണ്ണുകൾ വലുതാവും മൗത്ത് ഡ്രൈ ആവും കാരണം എന്താ ആ സമയത്ത് വായിൽ ഒട്ടും വെള്ളം ആവശ്യമില്ല ശരീരത്തിന് വെള്ളം വളരെയധികം ആവശ്യമുള്ള സമയമാണ് ഹാർട്ട് കൂടുതൽ ഇടിക്കാൻ തുടങ്ങും അതാണ് ഹാർട്ട് ആക്സിലേറ്റേറ്റ്സ് കാണിക്കുന്നുണ്ടോ ആക്സിലേറ്റ് ചെയ്യും എന്താ കാരണം ഓടി രക്ഷപ്പെടണം ലങ്സ് ഇഷ്ടംപോലെ ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കും ഡൈജഷൻ സ്ലോ ഡൗൺ ചെയ്യുന്നത് മാത്രമല്ല വേണമെങ്കിൽ യൂറിനേറ്റിയോ ഷിറ്റിയോ ചെയ്യും സെക്ഷൽ ഓർഗാനൊക്കെ ആൻറ്റി ക്ലൈമാക്സ് വരുന്ന അവിടെ നിന്നുള്ള ബ്ലഡ് മുഴുവൻ ശരീരം വലിച്ചെടുക്കും സ്വെറ്റിംഗ് കൂടും ആ സമയത്താണ് ഒരാൾ സഹായിക്കാൻ വന്നു അയാൾ ആ ആ ആ കയറ് അത് കയറാണെന്ന് മനസ്സിലാക്കി അതിനെടുത്ത് മുമ്പിലിട്ട് കൊടുത്തു മോനെ ഇത് വെറുതെ ഒരു കയറായിരുന്നു നീ കാലുകൊണ്ട് തട്ടങ്ങട് കിട്ടിട്ട് അവന്റെ ശരിക്കും അവനെ അവന്റെ പേടി മുഴുവൻ മാറാം നീ കാലുകൊണ്ട് തട്ടുകൂടി കൊടുക്കും മോനെ എന്ന് പറയാണ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി എല്ലാം റിലാക്സ്ഡ് ആവുകയാണ് within not time within not time ഈ കുട്ടി സാധാരണ അവസ്ഥയിലേക്ക് വരുന്നതാണ് പാരാസിമ്പത്തറ്റിക് ഇനിയാണ് നിങ്ങളോടുള്ള ചോദ്യം നിങ്ങൾക്ക് കൗൺസിലിങ്ങിൽ ഇത് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഐസി അല്ല മക്കളെ അതായത് നിങ്ങൾ ഭാര്യ ഭർത്താവ് കലഹിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ആരോട് നല്ല രീതിയിലൊക്കെ പോകുന്നു പക്ഷെ ഒരു വഴക്കും ബഹളമൊക്കെ ഉണ്ടായി ഒക്കെ എല്ലാ വീട്ടിലും സംഭവിക്കണമല്ലേ വഴക്കും ബഹളമൊക്കെ ഉണ്ടായി കലിപ്പായിട്ടിരിക്കുകയാണ് പക്ഷെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്തു ആ നിമിഷം തന്നെ കലിപ്പ് പോകാറുണ്ടോ ഇല്ല അതാണ് ഈ പറയണേ അതുപോലെ തന്നെ സൈക്കോളജിയിൽ ലിമിറ്റേഷൻസ് ഉണ്ട് കുറെ സിറ്റിങ്സ് വേണ്ടി വരും കുറെ വർക്ക് ചെയ്യേണ്ടി വരും okay just Wilson I'm thankful എൻ്റെ അല്ലാതെ ക്ലാസ്സുകളിലും താങ്കൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഐ എം എൻ്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടും ഒരു ഹൈ ഇടും അപ്പോൾ എനിക്ക് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാം താങ്ക് യു ഇങ്ങനെ വേണം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഞാൻ ഒന്ന് രണ്ട് കുറച്ച് ക്ലാസ്സുകൾ കുട്ടികൾ വേണമെന്ന് പറഞ്ഞിട്ട് അവർക്കും എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം നമ്മുടെ belief attitude expectation about the world and our selves our habits and behaviour our personality ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് so all this I did my best to teach you what is endocrine system and brain next ഞാൻ അടുത്ത പോർഷനിലേക്ക് വരാം ഇൻ്റലിജൻസ് തിയറിയിൽ ഞാൻ കുറച്ച് തിയറികൾ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ക്ലാസ്സിൽ പലരും ഇല്ലാതിരുന്നത് കൊണ്ട് അധികം പേര് ഇല്ലായിരുന്നുകൊണ്ട് ജസ്റ്റ് ഇടുത്ത പോർഷൻ ഒന്ന് പറയുക മാത്രം ചെയ്യുള്ളൂ എന്നിട്ട് ബാക്കി ഭാഗം ശരിക്കും എടുത്തു തരാം ഐ ക്യു മെഷർ ചെയ്യുന്നത് M A by C A into hundred ആണ് എം എ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ ഇന്റലിജൻസ് എന്ന് പറയുന്ന പോർഷൻ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇൻ്റലിജൻസ് മെഷർ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വീണ്ടും ഭാഗ്യം ഉണ്ടാവട്ടെ ഓഫ്ലൈനിൽ നാല് മൂന്ന് കൊല്ലത്തിന് ശേഷം നിങ്ങൾക്കാണ് ഭാഗ്യം ഉണ്ടായത് ക്ലാസ്സിൽ ഇരിക്കാനായിട്ട് അപ്പോൾ ഓഫ്ലൈനിൽ തന്നെ പ്രാക്ടിക്കലും വരട്ടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻ്റലിജൻസ് ടെസ്റ്റൊക്കെ ഭാട്ടിയുടെ ഇൻ്റലിജൻസ് ടെസ്റ്റൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വിശദമായിട്ട് പഠിക്കാം എം എ ബൈ സി ഇതൊക്കെ തിയറി പഠിക്കാറുണ്ട് പരീക്ഷ എഴുതാറുണ്ട് M A by C A into hundred അതാണ് ഇൻ്റലിജൻസിൻ്റെ മെഷർമെൻറ്റ് എം എ എന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് തന്നാൽ ഒരു ടെസ്റ്റ് തന്നാൽ ആ ടെസ്റ്റ് തരുന്ന ഒരു വാല്യൂ ആണ് എം എ ടെസ്റ്റ് തന്നാൽ ടെസ്റ്റ് തരുന്ന ഒരു വാല്യൂ ആണ് ഈ എം എ എന്ന് പറഞ്ഞാൽ അതിനെ സി എ ക്രോണോളജിക്കൽ ഏജ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഹൺഡ്രഡോട് ഗുണിക്കുമ്പോഴാണ് ഐ ക്യു എന്താന്ന് വരിക അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം ഈ സി എ എന്ന് പറയുന്നത് നോർമലി സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കേണ്ടത് പതിനഞ്ചാണ് ചില തിയറിസ്റ്റ് പറയും ഇരുപത്തിരണ്ട് വരെ പോവാം ഉദാഹരണമായിട്ട് റാവൻസ് പ്രോഗ്രസീവ് മാട്രൈസിൽ ഇരുപത്തിരണ്ട് വരെ പോകാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് എടുക്കണതിന് കുഴപ്പമില്ല അപ്പോൾ M A by C A into hundred ആണ് ഐ ക്യു മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ ഇനി നമുക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വിശദമായിട്ട് നിങ്ങൾ പഠിക്കണം അതായത് ഇൻ്റലിജൻസ് ലൈഫിൻ്റെ സക്സസ്സുമായിട്ട് ഡയറക്റ്റ് റിലേഷൻ ഇല്ല എന്ന് മനസ്സിലാക്കാം എന്നാൽ ബോർഡർ ലൈൻ ഇത് മനസ്സിലാക്കൂ അറുപത്തി ഒമ്പത് എന്ന് പറയുന്നത് ബോർഡർ ലൈൻ അറുപത്തൊമ്പത് എഴുപത് എന്ന് പറഞ്ഞ ബോർഡർ ലൈനാണ് അതിൽ നിന്ന് താഴേക്ക് പോകും തോറും തീർച്ചയായിട്ടും ലൈഫിന്റെ സക്സസ് ആയിട്ട് ബന്ധമുണ്ട് കാരണം എന്താ പ്രൊഫൗണ്ട്ലി മെന്റലി റിട്ടാർഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപതൊക്കെ ഉണ്ടാവുക അപ്പൊ ഇരുപതൊക്കെയാണ് ഉണ്ടാവുന്നത് എങ്കിൽ പ്രൊഫൗണ്ട്ലി മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള ഒരാൾക്ക് ലൈഫിൽ അച്ചീവ്മെന്റ് ഒന്നും സാധിക്കില്ല ഇവൻ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ കഴുകണം കഴുകണമെന്നോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് പോലും അറിയില്ല അവർക്ക് നിർബന്ധിച്ച് ഭക്ഷണം കൊടുക്കണം അതൊരു ബേർഡൻ ആയിരിക്കും അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല അതുപോലെ അമ്പതൊക്കെ ഉള്ളവരെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് എടുക്കാൻ പറ്റും അതാണ് ഇല്ല പാസ് തിയറി നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും how improvement can be done through medication it is possible അപ്പോൾ അതിന് പരിധിയുണ്ട് പ്രൊഫൗണ്ട്ലി മെന്റലി ഇട്ടാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു മാംസ മാംസപിണ്ഡം മാത്രമായിരിക്കും നോ ഏകദേശം ഹൺഡ്രഡ് പ്ലസ് ഉള്ളവരായിരിക്കും നമ്മളൊക്കെ സാധാരണ ഒരു പി ജി ലെവലിലൊക്കെ എത്തിയവർ ഏകദേശം നയൻറ്റി എബവ് ഒക്കെ എന്തായാലും ഉണ്ടാവും പക്ഷെ നമുക്കൊക്കെ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ലൈഫിൽ നിന്ന് ഒളിച്ചോടും ആത്മഹത്യ ചെയ്യും കുറ്റം പറയും സങ്കടപ്പെട്ടിരിക്കും ഇനി മറ്റൊരു ഗ്രൂപ്പ് ഉണ്ട് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തുന്നവർ അവരെ പറയുന്നതാണ് മെൻ്റലി ബ്ലെസ്ഡ് ആയിട്ടുള്ളവരാ അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാ പോലും ഉണ്ടാവണമെന്നില്ല ഉദാഹരണമായിട്ട് സായിബാബയോ അല്ലെങ്കിൽ മദർ തെരേസയോ അങ്ങനെ ധാരാളം പുണ്യാത്മാക്കളും നമ്മുടെ എന്തൊക്കെ കുറ്റങ്ങളും കുറവുകളും നിങ്ങൾ പറഞ്ഞാലും അങ്ങനത്തെ പുണ്യാത്മാക്കളും ഉണ്ടായിട്ടുണ്ട് അഥവാ അബ്രഹാം ലിങ്കൻ അങ്ങനെ മഹാത്മാഗാന്ധി ഇങ്ങനെയുള്ളവർ സ്കൂളിൽ പോവട്ടെ സ്കൂളിൽ പോവാതിരിക്കട്ടെ അവർക്ക് അങ്ങനത്തെ മെന്റലി ബ്ലെസ്ഡ് ഐക്യു ഉണ്ട് അല്ലാതെ hundred hundred and ten hundred and twenty ഒക്കെ വരുന്ന പലർക്കും സുപ്പീരിയർ ഇൻ്റലിജൻസ് ആണ് അവരൊക്കെ പലപ്പോഴും ഐ എ എസും വലിയ ബിസിനസ്സുകാരും ഒക്കെ ആയി മാറുന്നത് ഓക്കെ ഇത്രയും ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഐ ക്യുവിനെ കുറിച്ച് ഇനി ഈ ഒരു കാര്യം നിങ്ങൾ ദയവായിട്ട് കാണാം ഇന്നലെ ഞാൻ ക്ലാസ്സിൽ ജസ്റ്റ് മെൻഷൻ ചെയ്തിരുന്നു യു എസ് എ എന്ന് മനസ്സിലാക്കുക ability to adjust to any new situation ability to solve any new problem ability to understand any new idea അതായത് ഈ ഈ ഒരു കപ്പാസിറ്റി ഉണ്ടാവുക ഏത് ഇപ്പോൾ തന്നെ സ്റ്റെൻബർഗിൻ്റെ ഇന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് സ്റ്റെൻബർഗിൻ്റെ അതും എനിക്ക് ജസ്റ്റ് തുടങ്ങി വയ്ക്കാനേ പറ്റുള്ളൂ ഇന്ന് വിശദമായിട്ട് പഠിപ്പിക്കാം സ്റ്റെൻബർഗിൻ്റെ ഇതിൽ അദ്ദേഹം പ്രത്യേകിച്ച് പറയുന്നുണ്ട് adaptive intelligence is the best intelligence required അപ്പോൾ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കോവിഡ് സിറ്റുവേഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പലരും സൂയിസൈഡ് ചെയ്തിരുന്നു ജീവിതത്തിൽ നിന്ന് ഓടിച്ചോടി പോയിരുന്നു അപ്പോൾ ability solve to new problem ability problem, ability to understand a new ഗാർഡനറുടെ മൾട്ടിപ്പിൾ തിയറി ഓഫ് ഇന്റലിജൻസിന് മുമ്പ് ഞാൻ ഈ രണ്ട് ഇത് മാത്രം ഒന്ന് പറഞ്ഞോട്ടെ രണ്ട് ഡെഫിനിഷൻ രണ്ട് ഡെഫിനിഷനിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് solve problems the ability to solve problems or to create products that are valued within one or more cultural settings എന്താണ് one or more cultural setting എന്ന് പറയുന്നത് ഏത് കൾച്ചർ സെറ്റിംഗിലാണെങ്കിലും എവിടെ പോയാലും ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനും ക്രിയേറ്റ് പ്രോഡക്ട്സ് പുതിയ സൊല്യൂഷൻസിനെ കണ്ടെത്താനും കഴിയുന്നെങ്കിൽ മാത്രമാണ് ഒരാൾ ഇൻ്റലിജൻ്റ് എന്ന് പറയാൻ പറ്റുക അടുത്തൊന്ന് നോക്കോ a biopsychological potential to process information that can be activated in a cultural setting to again cultural setting and to solve problem problem solve and create and create product create create solutions അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ ഇൻ്റലിജൻ്റായി ആയി കാണാൻ കഴിയൂ ഉണ്ടാവും മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം പലരും അതായത് വെർബൽ ലിംഗ്വിസ്റ്റിക് ഇത് വളരെ വിശദമായിട്ട് എടുക്കേണ്ടതാണ് അത്ര എടുക്കാൻ നിവർത്തിയില്ല വെർബൽ ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കട്ടെ എനിക്ക് അതിന് കവർ ചെയ്യാനുള്ള പോർഷൻസ് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് നോക്കിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഓ മെഷർമെൻ്റ് ഓഫ് ഇൻ്റലിജൻസ് ഉണ്ട് ഇപ്പോൾ വെർബൽ ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത് നമുക്ക് വാചികമായിട്ടുള്ള കഴിവുകൾ ഭാഷാപരമായ വാചികമായ കഴിവുകൾ എന്തിനു വേണ്ടിയാണ് ഇത് പഠിപ്പിക്കണത് എന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഞാൻ എട്ടെണ്ണം ആദ്യം വെറുതെ ഒന്ന് കാണിച്ചു തരാം verbal linguistic intelligence logical mathematical intelligence bodily kinesthetic intelligence visual spatial intelligence or space intelligence musical intelligence interpersonal intelligence intrapersonal intelligence naturalistic intelligence ഈ എട്ട് ഇന്റലിജൻസും എല്ലാവരിലും ഉണ്ടായിരിക്കും എന്ന് പഠിക്കാനാണ് ഇത് പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഒരാൾക്ക് ഒരെണ്ണം ഇല്ലല്ലോ ബാക്കി ഇന്റലിജൻസ് പോരേ എന്നുള്ളതല്ല എല്ലാവർക്കും എല്ലാ ഇന്റലിജൻസും മിനിമം എങ്കിലും ഉണ്ടാവണം ഞാൻ നല്ലൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാം ലേണിംഗ് ഡിസബിലിറ്റിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഞാൻ ഇവിടെ പലരും പറയും നേരെ തന്നെ എൻ ഐ ഒ എസിലേക്ക് മാറ്റുക എഴുതാൻ ഒന്ന് ആലോചിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എൻ ഐ ഒ എസ് എന്ന് പറഞ്ഞാൽ national institution of open learning അത് വെച്ചിട്ട് എം ബി ബി എസിന് വരെ പോകാം പക്ഷെ അതിൽ പോയി എത്തിപ്പെടുന്നവർ വളരെ കുറവ് എത്തിപ്പെടുന്നവർ വളരെ കുറവായിരിക്കും അപ്പൊ നാലിലും അഞ്ചിലും വെച്ച് തന്നെ പേരൻസ് പറയാ അവനെ എന്തെങ്കിലും പഠിക്കട്ടെ എട്ടാം ക്ലാസ് ആകുമ്പോൾ എൻ ഐ ഒ എസ് കൊണ്ട് ചേർക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് തീരെ ഇല്ലാണ്ടായി പോകും അങ്ങനെയല്ല ചെയ്യേണ്ടത് പരമാവധി എല്ലാ മേഖലയിലും പരമാവധി എല്ലാ ഇന്നലെ ക്ലാസ്സിൽ പറയാൻ പറ്റായിരുന്ന കാര്യങ്ങളാണിത് പരമാവധി എല്ലാ മേഖലയിലും എല്ലാ ബ്രാഞ്ചസ് ഓഫ് ഇന്റലിജൻസും ഒരാളിൽ ഉണ്ടാക്കാൻ കഴിയണം അതാണ് ഈ ഇന്റലിജൻസ് തിയറിയുടെ പ്രാധാന്യം ലോജിക്കൽ മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഇല്ലാതെ ഇന്നിപ്പോ ഒരു മലയാള അധ്യാപകനാണെങ്കിൽ പോലും അദ്ദേഹത്തിനും റിസർച്ച് മെത്തഡോളജി സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാനുണ്ടാവും അപ്പോൾ ഞാൻ മലയാളം അല്ലേ പഠിച്ചതെന്ന് വിചാരിച്ചിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാതിരിക്കാൻ പറ്റില്ല ഇപ്പൊ നിങ്ങൾക്ക് സൈക്കോളജി പഠിക്കുമ്പോൾ സൈക്കോളജി ചേർന്ന് നിങ്ങളൊക്കെ വിചാരിച്ചോ ഇത്രയും ടഫ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പർ നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവുന്ന ഒരിക്കലുമില്ല ഒരിക്കലുമില്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കൂ അത് ഇല്ല ഇല്ല എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും ഓരോ ദിവസം ക്ലാസ്സിലേക്കുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുക അതുകൊണ്ടാണ് എല്ലാ ഇൻ്റലിജൻസിൻ്റെയും മിനിമം ലെവലെങ്കിലും എല്ലാവരിലും എത്തിക്കാൻ കഴിയണം അപ്പോൾ എന്താ ഞാൻ മലയാളം പഠിച്ചു എനിക്ക് മലയാളം അല്ലെങ്കിൽ സൈക്കോളജി അല്ലേ പഠിക്കേണ്ടത് ഞാൻ ഇതിനാ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കണേ ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഏറ്റവും വലിയ കീറാമുട്ടിയായി മാറുന്നത് എന്തുകൊണ്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മിനിമം ഇൻ്റലിജൻസ് നമ്മൾ കൊച്ചുനാളിലെ ഉണ്ടാക്കിയില്ല പാസ്റ്റ് ഇയർ അനുസരിച്ച് ഇതൊക്കെ ഉണ്ടാക്കാൻ കഴിയുമെന്നും കൂടിയാണ് പഠിപ്പിക്കുന്നത് എന്നാൽ ബോഡിലി കൈനസ്തറ്റിക് അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ മൂവ്മെന്റ് മൂവ് ചെയ്യാനുള്ള ഡാൻസ് ചെയ്യാനും ഒക്കെ ഉള്ള താല്പര്യം അപ്പോൾ റൊമാൻറ്റിക് ലൈഫിൽ ഇതൊക്കെ ആവശ്യമാണ് ബോഡിലി കൈനസ്തറ്റിക് ഇന്റലിജൻസ് അപ്പോൾ ഞാൻ ഇത് അയച്ചു തന്നിട്ടുണ്ട് വീണ്ടും നോക്കുക കൂടുതലിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഓടിച്ചു പോകുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കാണാപ്പാടമെങ്കിലും ഒന്ന് പഠിക്കാൻ നോക്കാം അതായത് വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ വർത്താനം പറയാനും സംസാരിക്കാനും പ്രസംഗിക്കാനും പഠിക്കാനും എഴുതാനും ഒക്കെയുള്ള താല്പര്യം മാത്തമാറ്റിക്കൽ ലോജിക്കൽ ഇൻ്റലിജൻസിൻ്റെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി എന്താണെന്നുള്ളത് then bodily kinesthetic musical musical അല്ല മൂവ് ചെയ്യാനും ഒരു ആർട്ട് ആയിട്ടൊക്കെ പെരുമാറാനും ഒക്കെ കഴിയുന്ന ആൾക്കാരെയാണ് ബോഡിലി കൈനസ്തറ്റിക് എന്ന് പറയുന്നത് വിഷ്വൽ സ്പാഷ്യൽ സ്പേസിനെ കുറിച്ചും അങ്ങനെയുള്ള പഠനക്കുറിച്ച് പിക്ചേഴ്സിനെ കുറിച്ചും ഷേപ്പിനെ കുറിച്ചൊക്കെ നല്ല ബോധമുള്ളവരായിരിക്കും മ്യൂസിക്കൽ ഇൻ്റലിജൻസ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല നമുക്ക് സംഗീതത്തിലും അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള പാണ്ഡിത്യമാണെങ്കിലും അതായത് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കാനാണെങ്കിലും ഒരു കവിത പാടാനാണെങ്കിൽ പോലും മ്യൂസിക്കൽ ഇൻ്റലിജൻസ് തന്നെയാണ് അത് ആസ്വദിക്കാൻ കഴിയുമെങ്കിൽ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ആണ് ഇന്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ വ്യക്തിബന്ധങ്ങൾ തമ്മിൽ തമ്മിൽ പെരുമാറാനുള്ള ഇന്റലിജൻസിനാണ് ഇന്റർപേഴ്സണൽ അവരൊക്കെ ആയിരിക്കും സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഒക്കെ ശരിക്കും അതായത് നല്ല ലൈസൺ ഓഫീസർ എന്നൊക്കെ പറയുന്നത് ഇന്റർപേഴ്സണേറ്റീവ്സ് ആണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഇങ്ങനെ പറയുന്നത് നിങ്ങൾ തെറ്റായിട്ട് പഠിക്കരുത് ഇതിൻ്റെ അർത്ഥം ഏതെങ്കിലും കഴിവുള്ളവരെ മാത്രം മുന്നിലേക്ക് കൊണ്ടുവരാന്നുള്ളതല്ല എന്നുള്ളതല്ല കഴിവില്ലാത്തവരെ അഴിവ് ആ കഴിവുകൾ അത് വികസിപ്പിച്ചെടുക്കണം മിനിമം ഇൻ്റലിജൻസ് ഇല്ലാത്തവരെ എല്ലാ മേഖലയിൽ ഇല്ലാത്തവരായിട്ട് ആരുമില്ല അങ്ങനെയാണ് എടുക്കേണ്ടത് ഇൻട്രാ പേഴ്സണൽ വിത്തിൻ ഇത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് സൈക്കോളജിയിൽ എന്താ കാരണം ഇൻട്രാ പേഴ്സണൽ മാനസിക ആരോഗ്യം ഒരാൾക്ക് ശരിക്കും ഉണ്ടാവണമെങ്കിൽ ഇൻട്രാ പേഴ്സണൽ എൻ്റെ എൻ്റെ മനസ്സിൽ ഇഷ്ടംപോലെ ഒബ്സഷൻ ഞാൻ ഭയങ്കര സ്പീഡിൽ പറഞ്ഞു പോവാണ് ഭയങ്കര ഒബ്സഷനും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ അയാൾക്ക് ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് കുറവാണ് അപ്പം അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും നല്ല കൗൺസിലിങ്ങിന് പോകാം സോഷ്യൽ സോഷ്യൽ സയൻസസ് ഒക്കെ പഠിക്കുകയും ആവശ്യമാണ് കലിപ്പ് വരിക എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി കലിപ്പ് വന്നുകൊണ്ടിരിക്കുകയൊക്കെ ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസിൻ്റെ പോരായ്മ കൊണ്ടാണ് നാച്ചുറലിസ്റ്റിക് ഇവർ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു പ്രകൃതി ഇഷ്ടപ്പെടുന്നു ചിലപ്പോൾ വാനനിരീക്ഷണം ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഈ നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസിന് ഉള്ളവർക്ക് അതുപോലെ തന്നെ ഫോറസ്റ്റ് ഗാർഡായിട്ട് പോവുക ഫോറസ്റ്റിലെ ജോലി ഇഷ്ടപ്പെടുക അതൊക്കെ ഇങ്ങനെയുള്ളവർക്കാണ് അപ്പോൾ പലപ്പോഴും ഇതൊക്കെ കൂടുതലുള്ളവരെ ആ ജോലിയിൽ മികവ് കാണിക്കുകയും ചെയ്യും അതും നല്ലതാണ് ഉണ്ടാവും ഞാൻ സമയം കളയുന്നില്ല എനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കേണ്ട രണ്ട് ഇൻ്റലിജൻസ് തിയറി ഉണ്ട് അതാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇന്നലെ എടുക്കാതിരിക്കാൻ ഈ സ്റ്റാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം കാരണം സ്റ്റാൻ ബർഗിൻ്റെ ഇൻ്റലിജൻസിന് ഭയങ്കര പ്രാധാന്യമാണുള്ളത് അദ്ദേഹം പറഞ്ഞ ഡെഫിനേഷൻ ഒന്ന് നോക്കൂ the cognitive ability to learn from experience to reason well to remember important information and cope with demands of daily living എന്ന് എന്തുമാത്രം അർത്ഥം ഇതാണ് ഡെഫിനിഷൻ്റെ പ്രാധാന്യം തന്നെ അതാണ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഇതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും കൊഗ്നിറ്റീവ് എബിലിറ്റി ഇതിലെ കൊഗ്നീഷനൊക്കെ വിശദമായിട്ട് ഞാൻ പറയുണ്ടായി ഇന്ന് പറയാൻ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് കൊഗ്നീഷൻ എന്ന് പറഞ്ഞാൽ തോട്ടം എന്നാണ് അർത്ഥം വെറുതെ തോട്ടല്ല റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള തോട്ടിനാണ് കൊഗ്നേറ്റീവ് എബിലിറ്റി എന്ന് പറയാം അപ്പോൾ the cognitive ability to learn from experience to reason well, to remember important information and to cope with demands of daily living ഇപ്പോൾ കോഗ്നറ്റീവ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിച്ച് ഔചിത്യപൂർണമായി പെരുമാറുന്നതാണ് കോഗ്നറ്റീവ് എബിലിറ്റി റീസണിങ് ന്യായ അന്യായ ബോധത്തോടെ റീസൺ ചെയ്യാൻ കഴിയണം ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ ഗ്രാസ്പ് ചെയ്യാൻ പറ്റണം കോപ്പ് with demands of daily living daily hassles daily അല്ലെ ഇതില്ലാത്ത ഈ ഇന്റലിജൻസ് ഇല്ലാത്തവരുടെ ബുദ്ധിമുട്ടൊന്ന് ആലോചിച്ച് നോക്കി എന്നും എന്നും കംപ്ലൈൻസ് ആയിരിക്കും എല്ലാ ദിവസവും നമുക്ക് എന്തുമാത്രം പ്രോബ്ലംസ് ഉണ്ട് ആ പ്രോബ്ലം ഒക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ അർത്ഥത്തിൽ നമ്മൾ ഇന്റലിജൻ്റ് ആണ് എന്നുള്ളതാണ് സോ ഇദ്ദേഹത്തിൻ്റെ ഈ ഡെഫിനിഷനെ ബേസ് ചെയ്തിട്ട് മൂന്ന് മൂന്നെണ്ണമാക്കി അദ്ദേഹം തിരിച്ചിട്ടുണ്ട് analytical interest intelligence that is a mental steps to or components use to solve problem നമ്മൾ നേരത്തെ ഡെഫിനേഷനിലും പഠിച്ചു സോൾവിങ് പ്രോബ്ലം ഇല്ലാതെ അനലിറ്റിക്കൽ ഇൻ്റലിജൻസ് അതില്ലെങ്കിൽ ഇൻ്റലിജൻ്റ് അല്ല അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഗ്രൂപ്പിൽ പ്രേമയുടെ എപ്പോഴും പറയും ഞാൻ എപ്പോഴും കുട്ടികളെ ശകാരിക്കുന്നത് പറഞ്ഞിട്ടാണ് psychology it self is problem solving ഇപ്പൊ തന്നെ ലീവ് എടുക്കാൻ പറ്റില്ല പറ്റില്ല മാഡം ലീവ് എടുക്കാൻ അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നു നിങ്ങളൊരു അവധി എടുക്കില്ലേ പ്രത്യേകിച്ച് ഇപ്പൊ വർഷം ആദ്യമല്ലേ മാർച്ച് ഏപ്രിലല്ലേ ആവുന്നുള്ളൂ ഒരു ദിവസത്തെ അവധി എടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രഷ്യസ് ആയിട്ടുള്ള ക്ലാസ് എല്ലാവരും എന്നെക്കാട്ടിലും എടുക്കന്മാരായ അധ്യാപകരായിരിക്കും അപ്പോൾ പ്രൊജക്ടർ അടക്കം എല്ലാം അറേഞ്ച് ചെയ്യും നിങ്ങൾ വരിക analytical intelligence then practical intelligence ability to read and adapt നോക്കൂ അഡാപ്റ്റ് ചെയ്യുക അതാണ് ഇദ്ദേഹം സ്റ്റേൺബർഗ് എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞു അഡാപ്റ്റീവ് ഇൻ്റലിജൻസ് ഇല്ലാത്ത ആൾക്ക് ഇൻ്റലിജൻ്റ് ആണെന്ന് അദ്ദേഹം പറയാൻ തയ്യാറില്ല എന്ന് പറഞ്ഞു കോവിഡ് കാലത്ത് അദ്ദേഹം ഒരു ആർട്ടിക്കിൾ എഴുതി അഡാപ്റ്റീവ് ഇൻ്റലിജൻസ് ഇല്ലാത്തതുകൊണ്ട് പലരും ജീവിതത്തിൽ ഒളിച്ചോടുന്നു സൂയിസൈഡ് ചെയ്യുന്നു അപ്പം ആ ഒരു ആർട്ടിക്കിൾ തന്നെ ഇഗ്രോ ഒരു പ്രാക്ടിക്കലാക്കി മാറ്റി ഓൺലൈൻ പ്രാക്ടിക്കൽ അത് നിങ്ങൾക്ക് ഓൺലൈനാണ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ തരും അല്ലെങ്കിൽ ഓഫ്ലൈൻ കിട്ടണമെന്നാണ് എൻ്റെ പ്രാർത്ഥന എനിക്ക് വന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം നല്ല നല്ല രസകരമായിട്ട് നമുക്ക് പഠിക്കാം നാല് ദിവസം എൻജോയ് ചെയ്യാം അവിടെ okay creative intelligence use of experience in ways that foster insight നമുക്ക് ഇൻസൈറ്റ് ഉണ്ടാവണം അപ്പോൾ ട്രയാർക്കിക് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഇത് മൂന്നെണ്ണമാണ് analytical intelligence practical intelligence creative intelligence അപ്പോൾ അനലിറ്റിക്കൽ എന്താണ് try to solve familiar problems by using strategies that manipulate the elements of the problem. എലമെന്റിനെ ബ്രേക്ക് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് കംപ്രൈസ് ചെയ്ത് അനലൈസ് ചെയ്യണം നിങ്ങൾ നിസ്സാരമല്ല നിങ്ങൾ പരീക്ഷയ്ക്ക് ഇങ്ങനെയൊക്കെ എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ ഞാൻ ട്രയാറ്റിക്കൽ ഇൻ്റലിജൻസ് മൂന്നെണ്ണം എഴുതിയല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കുക ഇത് നിങ്ങളെ പഠിപ്പിക്കുന്ന നിങ്ങളുടെ പേപ്പർ നോക്കുന്ന ആൾക്കാരെ പത്തും മുപ്പതും കൊല്ലമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫസേഴ്സ് ആയിരിക്കും പി എച്ച് ഡി ഒക്കെ ഉള്ളവരായിരിക്കും അപ്പൊ try to solve familiar problems by using strategies that manipulate the elements of the problem അതെങ്ങനെയാണ് കട്ട് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം എന്നിട്ട് കംപ്രൈസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും പറ്റണം അങ്ങനെ അനലൈസ് ചെയ്ത് ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അദ്ദേഹത്തിന് ഇന്റലിജൻസിന്റെ ഒരു പോർഷൻ ഉണ്ട് രണ്ടാമത്തെ creative try to solve new kinds of problems that require us to think about the problem and its elements in new way inventing designing അതായത് നിങ്ങൾക്കൊരു പ്രോബ്ലം ഭാവിയിൽ വരാനുള്ള പ്രോബ്ലത്തെ മുൻകൂട്ടി കാണാനുള്ള കഴിവാണ് hello anybody said something okay what you have to understand is that creative എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു പ്രോഗ്ര ഒരു പ്രോബ്ലത്തെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ആ പ്രോബ്ലം സെയിൽസിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രയോ കമ്പനികൾ പൂട്ടിപ്പോയി എന്നറിയാമോ ഫ്യൂച്ചറിനെ കുറിച്ച് കണ്ട് മനസ്സിലാക്കാൻ കഴിയാതെ ഓപ്സലേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാക്കി നശിച്ചു പോയ എത്രയോ പേരുണ്ട് അപ്പോൾ അതെല്ലാം വരാൻ അങ്ങനെ ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലും പറ്റും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ടുള്ള കാര്യം ഇന്നിപ്പോൾ ഓൺലൈൻ വളരെ ശക്തമായി ശക്ത ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് മൾട്ടി ലിങ്കിൽ കഴിവൊക്കെ ഇല്ല എങ്കിൽ നല്ലൊരു കൗൺസിലർ ആവാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് വരും അത്ര നല്ല നല്ല പ്ലാറ്റ്ഫോമുകൾ വരികയാണ് ഇനി വീട്ടിൽ വന്ന് കൺസൾട്ടേഷൻ ഒന്നും ഉണ്ടാവാത്ത അവസ്ഥയാണ് ഇപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് തുടങ്ങുമ്പോൾ വലിയ പ്രശ്നമായിരുന്നു ഇപ്പോൾ ഓൺലൈൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട് കാരണം ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം നന്നായിട്ട് നേരിട്ടെടുക്കുന്ന പോലെ തന്നെ കുറച്ചും കൂടി നല്ല പ്ലാറ്റ്ഫോം സ്റ്റുഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഓടി കടന്ന് തന്നെ ക്ലാസ് എടുക്കാനൊക്കെ സാധിക്കും so try to solve the new kinds of problems that require us think about the problem and its element in the new way, inventing and designing. Then comes practical. Try to solve problems. Ellam problem solving ആണ് that apply what we know the everyday contexts everyday കോണ്ടാക്ട്സിൽ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഈ സൊല്യൂഷൻ ഭയങ്കര പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ വിട്ടുകളയേണ്ടതായിട്ട് വരും അപ്പോൾ വിട്ടുകളഞ്ഞ് പുതിയതിനെ സ്വീകരിക്കാനുള്ളൊരു മനസ്സ് ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഒരാൾക്ക് ഒരു മന്ദബുദ്ധിയായ കുട്ടി ഉണ്ടായി അവർ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും പ്രാക്ടിക്കലായിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യും അതിനെ ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും എന്നിട്ട് അവൻ്റെ ഇൻ്റലിജൻസ് എങ്ങനെ കൂട്ടിയെടുക്കാം എന്ന് ആലോചിക്കും മറ്റവരോ ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യും ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത് പറയാൻ പാടില്ലാത്തതാണെങ്കിലും ഞാൻ പറയുകയാണ് ഞാൻ വർക്ക് ചെയ്തിരുന്ന എഫ് എസ് സൈറ്റിലാണ് അവിടെ ആ പേരൊന്നും പറയണത് ശരിയല്ല ഒരു ഒരു വ്യക്തിയായിരിക്കും നേരിട്ടറിയാം അദ്ദേഹത്തിന് അച്ഛനും അമ്മയ്ക്കും ഗവൺമെൻറ് ജോലിയുണ്ട് ഒരാൾ ഞങ്ങളുടെ ഫാക്ടറിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഗവൺമെൻറ് ജോലിയുണ്ട് രണ്ട് ആൺമക്കളുണ്ടായി രണ്ട് ആൺമക്കൾക്കും മന്ദബുദ്ധികളാണ് അപ്പോൾ അവർ എന്നോട് പറഞ്ഞൊരു ഒരു വേർഡിങ് ആണ് അവസാന കാലത്ത് ഞങ്ങൾ വല്ല പിള്ളേർക്ക് വല്ല വിഷം കൊടുത്ത് ഞങ്ങൾ സൂയിസൈഡ് ചെയ്യും അപ്പോൾ ഞാൻ അവരെ പരമാവധി സപ്പോർട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അവർക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി കാരണം ഇങ്ങനത്തെ സെൻറ്റേഴ്സ് ഉണ്ട് ഈ കുട്ടികളെ നിങ്ങൾക്ക് അവിടെ അഡാപ്റ്റ് ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു സംരംഭം തുടങ്ങാം ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങാം അപ്പോൾ ആ ബാക്കിയുള്ള കാലം നമ്മുടെ കുട്ടിയെ അവർ നോക്കും അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ദാറ്റ്സ് വൈ പ്രാക്ടിക്കൽ ഓരോ എന്ത് പ്രോബ്ലം വരുമ്പോൾ അത് പ്രാക്ടിക്കലായി ചിന്തിക്കാൻ കഴിയുന്നതാണ് പ്രാക്ടിക്കൽ എൻജിനീയേഴ്സ് ഇനി നക്ഷലിത് വീണ്ടും പറയാൻ സമയമില്ല എനിക്ക് അരമണിക്കൂറും കൂടി ബാക്കിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഫാസ്റ്റ് തിയറി എടുക്കാൻ ആഗ്രഹിക്കുകയാണ് ഫാസ്റ്റ് തിയറി എനിക്കെന്തിനും എടുക്കാനേ കഴിഞ്ഞില്ല ഫാസ്റ്റ് തിയറി എടുക്കണമെങ്കിൽ മെന്റൽ ബ്രെയിനൊക്കെ അറിഞ്ഞാലേ എടുക്കാൻ പറ്റുള്ളൂ ഇവിടെ നോക്കൂ ഫാസ്റ്റ് തിയറി എന്നും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ആരെങ്കിലും വായിച്ചു നോക്കാൻ ഇടയായോ planning attention arousal simultaneous and successive അതാണ് PASS planning attention arousal simultaneous and successive. Theory of intelligence was developed by Das, Nagleri and Kirby in 1994, recent. Past theory is useful to link past processes to the brain. ഇപ്പൊ ബ്രെയിനിന്റെ നിങ്ങൾ സീക്വൻഷ്യൽ പ്ലാനിങ് ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ brain the function. ഫങ്ഷൻ കൂടി അറിയണം ഇത് എന്തിനു വേണ്ടി ഇത് നിങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഇന്റലിജൻസ് നേരത്തെ നമ്മൾ പറഞ്ഞു ബോർഡർ ലൈൻ അറുപത് അറുപത്തൊമ്പത് എഴുപത് ബോർഡർ ലൈൻ ആണെങ്കിൽ അമ്പതിൽ കൂടുതലൊക്കെ ആണെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാം നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാം പക്ഷെ നമ്മളെ പോലുള്ളവർക്ക് ഈ പാസ് തിയറി പറയണമെന്ന് വെച്ചാൽ എത്ര വേണമെങ്കിൽ ഇന്റലിജൻസ് എക്സ്പാൻഡ് ചെയ്യാനും പറ്റും നമുക്കൊന്ന് നോക്കാം the linking of PASS processes of the brain becomes helpful for example in understanding the loss of sequential and planning functions due to ageing in a study of individuals with Down syndrome Down syndrome എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്നാമത്തെ ക്രോമസോമില് രണ്ടെണ്ണത്തിന് പകരം മൂന്നെണ്ണം ഉണ്ടാവുക എക്സ് എക്സ് വൈ അല്ലെങ്കിൽ എക്സ് വൈ വൈ ഉണ്ടാവുക അതാണ് മനസ്സിലായോ അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നിങ്ങളെ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ ഇതൊരു സ്റ്റഡിയാണ് ഡൗൺ സിൻഡ്രോം മുതലായവർക്ക് ഏജിങ്ങിലൂടെ ഉള്ള ഇന്റലിജൻസും കൂടി പോയിക്കൊണ്ടിരിക്കും അപ്പൊ അവർക്ക് വെൽ ട്രെയിൻഡ് ആയിരിക്കണം അവർ വളരെ നേരത്തെ അതാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഇത് നമുക്ക് അപ്ലിക്കബിൾ ആണ് പ്രോബ്ലം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും unless otherwise every day work PASS theory പറയണതാ ഇറ്റ്സ് എ ലിങ്ക് ഡേ നിങ്ങൾ വർക്ക് ചെയ്യും ഇന്റലിജൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആത്മ അതായത് ഞാൻ റിട്ടയർ ചെയ്തു ഞാൻ ആയി മൈസൽ ഞാൻ അറുപത് വയസ്സായി റിട്ടയർ ചെയ്തു ഇനി മിണ്ടാതിരിക്കാന്ന് പറഞ്ഞാൽ എന്റെ ഇന്റലിജൻസ് കഴിവ് പോയിക്കൊണ്ടിരിക്കും according to PASS theory PASS theory provides the theoretical framework from the measurement of instrument called Naglieri The theories of Spearman are based on isolating factors are, uh, after administering several intelligence tests over a large sample of subjects. They did not take into account how the input worked. ഈ ഇൻപുട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു ബ്രെയിനിന്റെ സഹായമില്ലാതെ ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് പാസ്റ്റിയറുടെ പറയിലുള്ളത് this theory has taken inspiration from the pioneering neurology psychological researches of Alexander Luria. Luria described human cognitive processes within the framework of three functional units. അപ്പോൾ ഇവിടെ നോക്കൂ the function of the first unit is cortical arousal and attention ഞാൻ ഇത്തിരി മുമ്പേ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു ബൈബിളിക്കനായിട്ടുള്ള ഒരാളും നല്ല എന്താ പറയാ ഭയങ്കര ദേഷ്യമുള്ള ഒരാളും ഈ കോർട്ടിക്കോൾ അറൗസൽ ആയിട്ട് ഇതിന് ഭയങ്കര പ്രാധാന്യമുണ്ട് അപ്പോൾ അഡ്രിനാലിൻ്റെ പ്രവൃത്തി അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഒക്കെ പ്രവൃത്തിയുമായിട്ട് പോലും ഇന്റലിജൻസിന് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു തിയറി കൂടിയാണത് കോർട്ടിക്കോൾ അറൗസൽ അറ്റൻഷൻ അറ്റൻഷൻ ഉണ്ടാവണമെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ടാവാനുള്ള കാരണം പ്രോപ്പർ കോർട്ടിക്കോൾ അറൗസൽ ഇല്ലാത്തതാണ് second unit codes information using successive processes ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം ഈ തിയറി എത്ര വായിച്ചാലും മനസ്സിലാവില്ല വീണ്ടും വീണ്ടും വായിക്കണം പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് third unit provide planning self monitoring structuring structuring of cognitive activities there are four main components of this theory planning attention arousal simultaneous and successive past processing systems planning is a frontal lobe function ഇവിടെ യോഗി അടക്കമുള്ള കാര്യങ്ങളെ പാസ് തിയറിസ്റ്റ് പറയുന്നുണ്ട് ഇപ്പൊ നമ്മളുടെ പരമ്പരാഗതമായിട്ട് ആളുകൾ ചേരുന്ന പലതും പണ്ടത്തെ ആളുകൾക്കൊക്കെ ഇന്റലിജൻസ് വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല അവർക്ക് ഈ കെമിസ്ട്രി ബോഡി കെമിസ്ട്രി ശരിയായിരുന്നു ഇപ്പോഴത്തെ ആളുകൾക്ക് പല സ്ട്രെസ്സും ഒബ്സഷനും ഒക്കെ കാരണം ബോഡി കെമിസ്ട്രി ശരിയല്ല അപ്പൊ ഇന്റലിജൻസ് പ്രോപ്പറായി വർക്ക് ചെയ്യില്ല ഇത് ഈ തിയറിയുടെ ഏറ്റവും ഭയങ്കര പ്രാധാന്യം നമ്മുടെ ഓരോ ബ്രെയിൻ ഫങ്ഷനെയും ഓരോ കെമിസ്ട്രിയും എങ്ങനെ നമുക്ക് ഇന്റലിജൻസ് പ്രൊവൈഡ് ചെയ്യണു എന്നുള്ളതാണ് അതുകൊണ്ട് ഇത് വിട്ട് കളയാതെ പഠിക്കണം പരീക്ഷയ്ക്ക് ഇത്തവണയും ചോദിക്കും planning is a frontal lobe function നമ്മൾ പറഞ്ഞു പ്ലാനിങ് നമുക്ക് സാധിക്കുന്ന ഫ്രോണ്ടൽ ലോബാണ് it is more specifically associated with the prefrontal cortex. And one of the main abilities that distinguishes human from other primates, primate എന്ന് പറഞ്ഞാൽ ആചാര്യൻ ആചാര്യൻ എന്ന് primate. മറ്റ് പ്രൈമേറ്റ് അതായത് എന്താ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം ഒരു ആയിരം കൊല്ലം മുമ്പുള്ള പുലിയോ ആനയോ ഇപ്പോൾ ഉള്ള ബുദ്ധി തന്നെ അതിന് അന്നും ഉള്ളൂ മനുഷ്യന് മാത്രം എന്തുമാത്രം മാറ്റങ്ങളാണ് വരുന്നത് ഫ്രോണ്ടൽ കോർട്ടക്സും പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സും ആണ് അതിന് കാരണം ഇമാജിനേഷനുള്ള കാരണങ്ങൾ അതാണ് പറഞ്ഞത് അതിനെന്തെങ്കിലും ഡാമേജ് വന്നാൽ സെക്ഷുവൽ റൊമാൻറ്റിക് ഫീലിംഗ് വരെ തടസ്സപ്പെടും എന്ന് പറയാനുള്ള കാരണം അതാണ് The prefrontal cortex plays a central role in forming goals and objectives, and then in devising plans of action required to attain these goals. It selects the cognitive skill required to implement the plans, coordinates these skills, and applies them in a correct order. Finally, the prefrontal cortex is responsible for evaluating our actions as success or failure relative to our intention. ഇപ്പോഴെങ്കിലും ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കൂ പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് യോഗ ടെക്നിക്ക് ഇതെല്ലാം നമുക്ക് വളരെ ആവശ്യമാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ഓരോ സ്ട്രക്ചറും അതുപോലെ ഡ്രിങ്കിങ് ഒക്കെ നല്ലതാണ് എന്ന് പറയണ്ടല്ലോ ഇപ്പം ഏറ്റവും കൂടുതൽ സ്റ്റഡീസ് നടത്തിയിട്ടുള്ള അതിലാണ് ഒരു തരത്തിലുള്ള ഡ്രിങ്കിങ്ങും നമ്മുടെ ഇതിനെ പ്രൊമോട്ട് ചെയ്യില്ല എന്ന് ഡീജനറേറ്റ് ചെയ്യുള്ളൂ ഏത് തരത്തിലുള്ള ഡ്രിങ്കിങ് ഹാബിറ്റ് ആണെങ്കിലും അത് ഡീജനറേറ്റീവ് ആണ് റീജനറേറ്റീവ് അല്ല എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ പാസ് തിയറി പഠിക്കുമ്പോൾ പാസ് തിയറിയുടെ ഞാനിതൊന്നും കൂടി വായിക്കാം prefrontal cortex plays a central role in forming goals and objective അപ്പോൾ ഗോളും ഒബ്ജക്റ്റീവ് ഒക്കെ ആണെങ്കിൽ ബ്രെയിനിൻ്റെ ഫ്രോണ്ടൽ കോട്ടക്സ് വർക്ക് ചെയ്തിരിക്കണം Planning, therefore, helps us achieve through the selection of or development of plans or strategies needed to complete task for which a solution is needed. solution അപ്പോൾ സൊല്യൂഷൻ ഓറിയന്റഡ് പ്ലാനിങ് ആണെങ്കിൽ മാത്രമേ ഇൻ്റലിജൻസിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൂ വെറുതെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് സൊല്യൂഷൻ ഓറിയന്റഡ് അല്ലാതെ എന്നും ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും പ്ലാനിങ് എവിടെ എത്താത്തവരെ നിങ്ങൾക്ക് കാണാൻ പറ്റും പാസ് തിയറി പറയുന്നു എപ്പോഴും സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്ലാനിങ് ഉണ്ടെങ്കിലേ ഇൻ്റലിജൻ്റ് ആണെന്ന് പറയാൻ പറ്റും this includes generation evaluation and execution of a plan as well as self monitoring and impulse control നിങ്ങൾ പറയൂ നിങ്ങൾ ഇൻ്റലിജൻ്റ് ആവണമെങ്കിൽ എന്ത് വേണം അറ്റ്ലീസ്റ്റ് ഇത്രയും സ്റ്റുഡൻസ് എങ്കിലും ഹാപ്പി ആയിട്ട് ക്ലാസ്സിൽ വന്നിട്ടുണ്ടല്ലോ ഐ എം പ്രൗഡ് എനിക്കിന്ന് പാസ്റ്റ് ഇയർ പഠിപ്പിക്കണം എന്ന് അത്രയും നിർബന്ധം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് മറ്റു പല കാര്യവും സ്കിപ്പ് ചെയ്ത് ചെയ്തത് വീണ്ടും പഠിപ്പിക്കുന്നത് ഇത്രയും വലിയ ബുക്ക് ഇത് മുഴുവൻ പഠിപ്പിച്ചു തീർക്കൽ ആര് വിചാരിച്ചാലും നടക്കില്ല പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് നിങ്ങളിൽ ശരിക്കും നോട്ട്സ് ഒക്കെ എഴുതി പ്ലാൻ ചെയ്തിട്ട് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇൻ്റലിജൻ്റ് ആണ് അത് ചെയ്യാത്തവർ മനസ്സിലാക്കുക ഇൻ്റലിജൻസിൽ ദർ ഇസ് സം പ്രോബ്ലം എന്താ കാരണം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നില്ല ഇവാലുവേറ്റ് ചെയ്യുന്നില്ല മറ്റേറ്റവും പ്രധാനം സെൽഫ് മോണിറ്റർ ചെയ്യുന്നില്ല ഇവിടെ നോക്കൂ എഴുതിയിരിക്കണം നോക്കൂ do you understand what I say അത് വെറുതെ കേട്ടിരിക്കുകയാണോ മോണിറ്ററിംഗ് കൂടെ ചെയ്താൽ മാത്രമേ ഇപ്പോ ഞാൻ നിങ്ങളെ നാളെ ഒരു കാര്യം പഠിപ്പിക്കാൻ പോകുന്നു നിങ്ങൾ ഇന്ന് ഇന്നുണ്ടായവരൊക്കെ നാളെ വരിക ഞാൻ ഇവിടെ ഇരുന്നവരെ എന്റെ ക്ലാസ്സിൽ അല്ലാതെ കേട്ടിട്ടുണ്ടാവും സ്കിന്നേറിയൻ തിയറിയുടെ റീഎൻഫോഴ്സ്മെന്റ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം പാസ് തിയറി എങ്ങനെ വർക്ക് ചെയ്യാം സ്കിന്നേറിയൻ തിയറി ഉപയോഗിച്ച് നമുക്ക് നാളെ ഒന്ന് നോക്കാം this planning allows for the solution of problems control of attention and simultaneous and successive processes as well as selective utilisation knowledge and skills നോക്കി ഇത് ഒരു വാക്ക് കളയാനില്ല ഒരു വാക്ക് കളയാനില്ല അത്രയും പെർഫെക്റ്റ് ആണ് ഈ തിയറിയിൽ എഴുതിയിട്ടുള്ളത് പാസ് തിയറി അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ എന്നും ഇന്റലിജന്റ് ആയിരിക്കും അയാൾ ട്രാപ്പിലൊന്നും കുടുങ്ങില്ല attention is a mental process that is closely related to the orienting response നിങ്ങളുടെ ഓറിയൻറ്റേഷൻ എവിടേക്കാ ഇപ്പം തന്നെ ഞാൻ നിങ്ങളോട് ഇവിടെ നിങ്ങൾ പറഞ്ഞു പ്രേമ മാഡം ചോദിച്ചപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞു ഓ ലീവ് എടുക്കാൻ പറ്റില്ല മാഡം എന്തുകൊണ്ട് നിങ്ങൾക്കൊരു പനി പിടിച്ചാൽ നിങ്ങൾ ലീവ് എടുക്കില്ലേ കോവിഡ് ഇപ്പോഴും വിട്ടുപോയിട്ടില്ല വന്നവർക്ക് വീണ്ടും വരുന്നുണ്ട് കോവിഡ് വന്നാൽ നിങ്ങൾ ഒരാഴ്ച ലീവ് എടുക്കില്ലേ പിന്നെന്താ ഒരു ദിവസത്തെ ക്ലാസ് എടുക്കാൻ പറ്റാത്തത് ഇതെന്താ കാരണം ദി ഓറിയൻറ്റിങ് റെസ്പോൺസ് നിങ്ങളുടെ ഓറിയൻറ്റേഷൻ എങ്ങോട്ടേക്കാ ഇപ്പം എഡ്യൂക്കേഷന് മാത്രം പ്രാധാന്യം കൊടുക്കുക വേറെ ഒന്നിനും കൊടുക്കാതിരിക്കുക എം എ സൈക്കോളജി എന്ന് പറയുന്ന ഇഗ്നോയുടെ നാഷണൽ വാലിഡിറ്റി ഉള്ള ഒരു കോഴ്സിനാണ് നിങ്ങൾ ചേർന്നേക്കണേ അപ്പോൾ നിങ്ങൾ അത് ഒരു വലിയ ലക്കായിട്ട് കരുതുക the base of the brain allows the organism to direct focused selective attention toward a stimulus over time and resist loss of attention to the other stimuli എപ്പോഴും മനസ്സിലാക്കുക നിങ്ങളുടെ lower base of the brain അവിടെയാണ് ഏറ്റവും കൂടുതൽ സെൽസ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് more than fifty percent of the neuron is concentrated the base cerebellum so ഇതിൽ അത് അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇത് വിശദമായിട്ട് പഠിപ്പിച്ചിട്ട് ഇത് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല the longer attention is required and the the longer attention is required the more the activity can be one that demands vigilance അപ്പോൾ നിങ്ങൾക്ക് വിജിലൻ്റ് ആണോ നിങ്ങൾ അല്ല ചിലരുണ്ട് ഇപ്പൊ അപ്രധാന അപ്രധാനമായ കാര്യങ്ങളെ പ്രധാനമെന്ന് കരുതുകയും പ്രധാനമായ കാര്യങ്ങളെ അപ്രധാനമെന്ന് കരുതുകയും ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതാണ് ഇതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞ attention is controlled by intentions and goals നിങ്ങളുടെ ഇൻറ്റൻഷനും ഗോളും ഒന്ന് തന്നെയാണെങ്കിലാണ് നോളജും സ്കില്ലും നിങ്ങളെ സഹായിക്കുള്ളൂ attention is controlled by intentions and goals and involves knowledge and skills as well as other PASS processes അപ്പോൾ ഓരോ പാസ് പ്രോസസ്സിനും പ്രാധാന്യമുണ്ട് now next knowledge base is closely associated with the PASS model and all processes are found within this framework knowledge base of the PASS model represents all information obtained from cultural and social background ഇത് എവിടേക്ക് പോകുന്നു എന്നറിയാമോ പാവലോവിന്റെ ലേണിംഗ് തിയറിയിലേക്ക് പോകുന്നു ഒരു പരിധി വരെ നിങ്ങൾ നിർഭാഗ്യവാന്മാരാണ് നിങ്ങൾ ഒരു ഭാഗ്യവാന്മാരാണ് കാരണം നിങ്ങൾക്ക് ഇത്രയെങ്കിലും ക്ലാസ് കിട്ടി നിർഭാഗ്യവാന്മാരാണ് കാരണം എന്താ നിങ്ങൾക്ക് ജൂലൈയിൽ നിങ്ങൾ ചേർന്നെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മുതൽ നിങ്ങൾക്ക് ഓരോന്ന് കിട്ടണം ജനുവരി ഒക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടണമായിരുന്നു ഡിസംബർ ജനുവരി തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടണമായിരുന്നു അതും എങ്ങനെ അടുപ്പിച്ച് എല്ലാ ശനിയും ഞായറുമായിട്ട് ക്ലാസ്സുകൾ കിട്ടണമായിരുന്നു അങ്ങനെയാണെങ്കിൽ എല്ലാ തിയറിയും ഒരുമിച്ച് പഠിക്കാൻ പറ്റുള്ളൂ കാരണം ഇത് പാവ്ലോവിൻ്റെ തിയറി എനിക്കിവിടെ ക്ലാസ്സിൽ എടുക്കാൻ പറ്റുമോ അതിന് എടുക്കാനുള്ള സമയമില്ല പാവ്ലോവിൻ്റെ തിയറി പഠിപ്പിക്കേണ്ട M B S C zero zero ത്രീയിലാണ് അപ്പൊ എങ്കിലും പാവലോവിന്റെ തിയറി ആയിട്ട് ഇതിനെ ബന്ധപ്പെടുത്തി വെച്ചാൽ കൾച്ചറൽ ആൻഡ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കണു intelligence throws light to the various parts of the behaviour simultaneous processing is essential for organisation of the information to groups of the coherent whole നോക്ക് അടുത്ത നോക്ക് the parieto occipital temporal brain എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ അത് ആദ്യമേ തന്നെ വീണ്ടും പഠിപ്പിച്ചത് കാരണം ഞാനിവിടെ ക്ലാസ് നോക്കുമ്പോൾ നൂറ്റി എഴുപത് കുട്ടികളും ചേർന്നിട്ടുണ്ട് ഇന്നലത്തെ ക്ലാസ്സിൽ നൂറ് പേര് താഴെ ഉണ്ടായിരുന്നേ ദാറ്റ് മീൻസ് പുതിയ നല്ല ശതമാനം അവർക്ക് ഒന്നും മനസ്സിലാവില്ല എന്നാൽ മുഴുവൻ എനിക്ക് എടുക്കാൻ നേരമുണ്ടോ അതുമില്ല അതുകൊണ്ട് ബ്രെയിൻ കെമിസ്ട്രി കുറച്ചെങ്കിലും പഠിപ്പിച്ചത് അത് വീണ്ടും വിശദമായിട്ട് ഞാൻ പഠിപ്പിക്കുകയാണ് പെരിയാറ്റോ ഓക്സിപെറ്റൽ ടെമ്പറൽ പെരിയറ്റോ എന്ത് ചെയ്യുന്നു സെൻട്രൽ സൾക്കസ് അവിടെ ഇരിക്കുന്നത് ബ്രെയിനിൻ്റെ കണക്ഷൻസ് കമ്മ്യൂണിക്കേഷൻസ് എല്ലാ ലോബും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം നടത്തുന്നത് ആരാണ് പരിയറ്റോ ലോബാണ് ഓക്സിപ്പറ്റൽ ലോബ് നമ്മൾ പറഞ്ഞു നമ്മൾ കാണുന്ന സെൻസ് എല്ലാം കണ്ണിലേക്ക് ഫ്രൗണ്ടൽ ലോബിലെ കണ്ണിലേക്ക് വരുത്തുന്നതും എല്ലാം ഓക്സിപ്പറ്റൽ ലോബാണ് അതിന് തൊട്ട് താഴെയുള്ള എന്താണ് ബേസ് അവിടെയാണ് ഏറ്റവും കൂടുതൽ ന്യൂറോൺ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് അതാണ് പിറകെ തലയടിച്ച് വീണ് കഴിഞ്ഞാൽ വോമിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ മോണിറ്റർ ചെയ്യണം എന്നൊക്കെ ഹോസ്പിറ്റലിൽ പറയുന്നത് So parieto, occipital, temporal brain regions provide a critical ability to see patterns as interrelated elements. അപ്പം ningada brain and നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ ningada wire വേണ്ടത് a അടക്കം ബ്രെയിനെ നിറക്കുകയാണ് വേണ്ടത് ഇൻ്റലിജൻ്റ് ആണ് ഈ പാസ് തിയറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു മിനിമൽ എങ്കിലും ഒരു തൊണ്ണ എയ്റ്റി നയൻറ്റി ഒക്കെ ഇൻ്റലിജൻസ് ഉള്ള ഒരാളെ സുപ്പീരിയർ ഇൻ്റലിജൻസിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് അടിവരയിട്ട് പറയുന്ന ഒരു തിയറിയാണ് പാസ് തിയറി ഓഫ് ഇൻ്റലിജൻസ് ബാക്കി കൂടി ഞാൻ വായിക്കാം I'm also very tired the parieto occipital temporal brain regions provide critical ability to see patterns as interrelated elements അപ്പം ഇന്ന് തന്നെ നിങ്ങൾ ഞാനിത് ഇപ്പം തന്നെ നിങ്ങൾക്ക് രണ്ട് ഗ്രൂപ്പിൽ ഞാൻ ഇടും planning processes provide for the programming regulation and verification of behaviour and are responsible for behaviour such as asking questions problem solving and the capacity of the self monitoring അപ്പം ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇപ്പം പല മെഡിക്കേഷനും പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള മെഡിസിനും ഒക്കെ കൊടുക്കാൻ കാരണം ഈ ലോബിലൊക്കെ തമ്മിലുള്ള കണക്ടിവിറ്റി നന്നാക്കി എടുക്കാൻ കഴിയും ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളായിരിക്കാം ഇത് വളരെ കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് അവരുടെ ഇൻ്റലിജൻസും അവരുടെ ആളുകളുടെ കഴിവും വർദ്ധിപ്പിക്കാനായിട്ട് സോ സക്സസീവ് പ്രോസസ്സിംഗ് ഇനി അത് കഴിഞ്ഞിട്ട് ബ്രെയിനിൻ്റെ പ്രോസസ്സിംഗ് പറയുന്നത് successive processing involve with the use of stimuli arranged in a specific serial order whenever information must be remembered or completed in a specific order, successive processing will be involved. Importantly, however, the information must not be able to be organized into pattern, like the number. Chunk ചെയ്ത് പഠിപ്പിക്കുക ഇതെന്താ ഇതിന്റെ പ്രാധാന്യം ഈ ചങ്ക് ചെയ്ത് പഠിപ്പിക്കേണ്ടത് ആർക്കാ ഉപകാരപ്പെടുക പറഞ്ഞേ മെമ്മറി ആ അൽഷമസ് ഡിസീസ് മുതലായ ആൾക്കാരെ നേരത്തെ തന്നെ ചങ്ക് പഠിപ്പിക്കാനും അവർക്ക് ഈ പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാവുമ്പോൾ അപ്പം തന്നെ അവർക്കൊരു ബാത്റൂം ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക ഏറ്റവും കൂടുതൽ പ്രോബ്ലം അതായിരിക്കുമല്ലോ അവർക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ ബാത്റൂം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അപ്പം ഈ ഇതിൻ്റെ മെമ്മറിയുടെ പ്രത്യേകത എന്താണ് മെമ്മറി തിയറിയൊക്കെ ആയിട്ട് പാസ് തിയറിക്ക് ഭയങ്കര ഇൻ്റലിജൻസിന് ഭയങ്കര പ്രാധാന്യമുണ്ട് എങ്ങനെയാണ് അവസ് പഴയ ഓർമ്മകൾ നോക്കൂ പഴയ ഓർമ്മകൾ നിലനിൽക്കും പുതിയ ഓർമ്മകളാണ് അൽഷമസിലും ഒക്കെ ഡിമെൻഷ്യയിലും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് പുതിയ ഓർമ്മകൾ അപ്പോൾ എപ്പോഴാണോ ഇത് ഐഡന്റിഫൈ ചെയ്യണേ അപ്പൊ പറ്റി ശരിക്കും പറഞ്ഞാൽ പത്തറുപത് വയസ്സ് കഴിയുമ്പോൾ തന്നെ ഇപ്പൊ പലർക്കും ഉണ്ടാവുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അവരെയൊക്കെ ബാത്റൂമൊക്കെ നേരത്തെ ട്രെയിൻഡ് ആവുക കളറൊക്കെ ചെയ്ത് അപ്പൊ കാരണം ഇനിയുള്ള കാലത്ത് മക്കളൊന്നും ഉണ്ടാവില്ല നോക്കാനായിട്ട് ഇവരെ തന്നെ സെൽഫ് ട്രെയിനിങ് കൊടുക്കാനേ പറ്റൂ ഇതാണ് ചങ്കിങ് ആൻഡ് മെമ്മറൈസിങ് ഇത് നമുക്ക് ഉപയോഗിക്കാം നമ്മളൊക്കെ പത്ത് ഡിജിറ്റ് നമ്പറുകൾ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പ്രാധാന്യം സക്സസീവ് പ്രോസസ്സിങ് ബ്രെയിനിൽ നടക്കുന്ന ചങ്കിങ്ങിലൂടെയാണ് അപ്പോൾ ഈ തരത്തിലുള്ള മെമ്മറൈസിങ് എല്ലാവർക്കും ഇൻ്റലിജൻസ് കൂട്ടുക തന്നെ ചെയ്യും the PASS theory is an alternative approach to the intelligence that have traditionally included verbal non verbal quantitative test Not only does this theory expand the view what abilities should be measured, but it also puts emphasis on the basic psychological process. നമ്മളെ ബേസിക് സൈക്കോളജിക്കൽ പ്രോസസ്സായ ഇൻഫർമേഷൻ റിട്രൈവൽ സ്റ്റോറിങ് എൻകോഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പാസ് തിയറിയുമായി ബന്ധപ്പെടുത്തി പഠിക്കുക records verbal achievement like test such as vocabulary അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻ്റലിജൻസ് ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഈ ബ്രെയിനിൻ്റെ കെമിസ്ട്രി ബ്രെയിനിൻ്റെ ഫങ്ഷനുമായിട്ട് ഇൻ്റലിജൻസിന് വളരെ ബന്ധമുണ്ടെന്ന് കാണിക്കുന്ന തിയറിയാണ് so additionally the PASS theory is an alternative to the anachronistic എന്ന് പറഞ്ഞാൽ the period prior to notion of general intelligence ഇതാണ് നിങ്ങൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത് ഇത്രയും കാലം എന്ത് മനസ്സിലാക്കിയിരുന്നു ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സാധനം സംതിങ് പെർമനൻ്റ് ആണ് ഇപ്പം ലോകം പറയുന്നു ബോർഡർ ലൈനിൽ താഴെയുള്ളവർ അത് ബോർഡർ ലൈൻ അറുപതാണ് അല്ല അറുപത്തൊമ്പത് എഴുപതാണ് അതിൽ അമ്പതിൽ താഴെയുള്ളവരെ നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്തെടുക്കാൻ പാടാണ് പക്ഷെ അമ്പത് മുതലുള്ളവരെ നോർമലിലേക്കും നോർമൽ എയ്റ്റി ഒക്കെ നയൻറ്റി ഒക്കെ ഉള്ളവരെ സുപ്പീരിയർ ഇന്റലിജൻസിലേക്കും കൊണ്ടുവരാൻ കഴിയുമെന്ന് അടിവരയിട്ട് പറയുന്ന ഒരു തിയറിയാണ് PASS theory of intelligence so instead the functions of the brain are considered the building block of ability conceptualised within the cognitive process of framework അപ്പോൾ ഈ നമുക്ക് സൈക്കോളജിസ്റ്റിൻ്റെ പ്രാധാന്യം എന്താണ് ലേണിംഗ് തിയറി ലേണിംഗ് തിയറിയുടെ നല്ല ബിഹേവിയർ ഉണ്ടാക്കുക ഒബ്സഷൻ കുറയ്ക്കുക നല്ല തൻ്റെയുടെ ഉണ്ടാക്കുക ഇങ്ങനെയുള്ള പല ട്രെയിനിങ്ങുകളും ഈ പാസ് തിയറി റെക്കമെൻഡ് ചെയ്യുന്നു അങ്ങനെ റെക്കമെൻഡ് ചെയ്യുമെങ്കിൽ പാസ് തിയറിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ന്യൂറോ സൈക്കോളജിയിലെ റൂട്ടിനെ മാറ്റിമറിക്കുകയാണ് ചെയ്തത് ഈ തിയറി നേരത്തെ എന്താ പറയുന്നത് ഇത് പെർമനൻ്റ് ആയാലും മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല ഇപ്പം മാറ്റം വരുത്താൻ പറ്റും ഉറപ്പായിട്ടും സോ ഞാൻ വായിച്ച് കംപ്ലീറ്റ് ചെയ്യാം While the theory may have its roots in neuropsychology, its branches are spread over developmental and educational psychology. കണ്ടോ നിങ്ങൾ എം പി സി ടു നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഡെവലപ്മെന്റ് സൈക്കോളജി എഡ്യൂക്കേഷൻ സൈക്കോളജി ആയിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്റലിജൻസ് അനുദിനം വർദ്ധിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ഈ നോളജെങ്കിലും കിട്ടിയതുകൊണ്ട് മാത്രം നിങ്ങൾ ഈ കോഴ്സിന് ചേർന്നതിന് വർത്താണ് അല്ലെങ്കിൽ നിങ്ങളും എന്താ ധരിച്ചു അവന് ബുദ്ധിയില്ല അങ്ങനെയല്ല ബുദ്ധി ഉണ്ടാക്കാൻ പറ്റും thus PASS theory of cognitive processing with its link to developmental neuropsychology provides an advantage in explain explanatory power over the notion of general intelligence അപ്പോൾ ജനറൽ ഇൻ്റലിജൻസ് എന്നാൽ ഇന്നേറ്റ് ആണ് മാറ്റാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് അടിസ്ഥാനമില്ല it can be change now salient features മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ് ബാക്കി നിങ്ങൾ കേസ് സ്റ്റഡീസൊക്കെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് you can go to this എനിക്ക് ഏഴരയ്ക്ക് അടുത്ത ക്ലയൻറ്റ് ഉള്ളതാണ് ആറാമതായി salient features of PASS theory it test intelligence as a set of cognitive processes ഒരു കോഗ്നേറ്റീവ് പ്രോസസ്സാണ് the PASS theory of intelligence examines what the major processes are brain functions ആണ് the positive of intelligence guides us in the recommend in the remediation of the preparing troubles അപ്പോൾ നമുക്ക് ചെറുപ്പത്തിലെ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്റലിജൻസ് കൂട്ടിയെടുക്കാൻ പറ്റും നമുക്ക് ഈ പ്രായത്തിൽ പോലും സാധിക്കും cognition is a dynamic methodology that works inside the setting of the singulars knowledge base reacts to encounters and liable to developmental varieties ഈ വാക്ക് പ്രത്യേകം ഓർക്കുക ഡെവലപ്മെന്റൽ വെറൈറ്റി എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് ഒരാൾക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള എക്സ്പോഷർ ഉണ്ടായി കൊടുക്കാമോ ട്രെയിനിങ് കൊടുക്കാമോ അയാളുടെ ഇൻ്റലിജൻസും കൂടും സോ താങ്ക് യു ഓൾ